നമുക്ക് ആ ഇൻട്രൊഡക്ഷൻ ആദ്യം നോക്കാവേ സൈക്കോളജിയിൽ നമുക്ക് തന്നിരിക്കുന്ന introduction interested in research question like do do the AIDS patients of are given the drug a set ആണ് so higher T four blood cells counts than patients who are not given that drug അങ്ങനെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എടുത്തിരിക്കുന്ന question consider the question whether lecture method or teaching is more effective than discussion method അങ്ങനെ ഒന്ന് എടുക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മളിവിടെ കാണിച്ചു തന്നിരിക്കുന്നത് one group is short by lecture മെത്തേഡും അടുത്ത അടുത്തതിനെ എന്ത് വെച്ചിട്ട് ഡിസ്കഷൻ മെത്തേഡ് വെച്ചും ചെയ്യുന്നു അങ്ങനെ ആ രണ്ട് ഗ്രൂപ്പിനും നമ്മൾ M one and M two എന്ന് പേരൊക്കെ ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ നമുക്ക് കിട്ടും മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് മീൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം എത്രമാത്രം അതിൽ വ്യത്യാസങ്ങൾ വന്നു എന്നുള്ളത് അങ്ങനെ മീൻ കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും statistical measures which we are going to discuss ഇതിനകത്ത് വരുന്നത് T test to test the significance difference between mean മീനിന്റെ ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട് രണ്ട് ഗ്രൂപ്പിന്റെ ടി ടെസ്റ്റോ അല്ലെങ്കിൽ ഇസഡ് ടെസ്റ്റോ നടത്തും അതില് സാമ്പിള് സൈസ് ചെറുതാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ടി ടെസ്റ്റ് ആണ് വലുതാണെങ്കിൽ നമ്മൾ ഇസഡ് ടെസ്റ്റും ചെയ്യും ഇപ്പൊ ഈ ഒരു ലെസണിൽ നമുക്ക് ടി ടെസ്റ്റ് ആണ് ചെയ്യാനുള്ളത് ടി ടെസ്റ്റ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ബുക്കിനകത്തെ കൊടുത്തിരിക്കുന്നതൊക്കെ തെറ്റിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഇതിനകത്ത് പക്ഷെ പഠിക്കാൻ കുറച്ച് കാര്യമുണ്ട് പേജ് നമ്പർ ഫോർട്ടി എയ്റ്റിൽ ഒന്ന് രണ്ട് വാക്കുകൾ നിങ്ങൾ പഠിച്ചു വെച്ചോളൂ the standard error of the mean can be calculate by the formula ഏ സ്റ്റാൻഡേർഡ് എററിന്റെ ഫോർമുല കൊടുത്തിട്ടുണ്ട് അതായത് എസ് ക്യാപിറ്റൽ ലെറ്റർ ആണ് ഇയും സ്മോൾ എമ്മും കൊടുത്ത് അല്ലെങ്കിൽ ഓർ ഓർ എന്താ കൊടുത്തിരിക്കുന്നത് the standard deviation of the sample mean is equal to അപ്പോൾ അവിടെ ഒരു കാണുന്നുണ്ടല്ലേ ഫോർട്ടി എയ്റ്റില് the number of cases in the sample ഇത്രയാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് കൊടുത്തിരിക്കുന്ന ഒരു ഫോർമുല ഇത് ഏതിന് വേണ്ടിയിട്ടുള്ള ഫോർമുലയാണ് standard error of the mean calculate ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് standard error of the mean calculate ചെയ്യാൻ കേട്ടോ പിന്നെ വന്നിട്ട് മുന്നോട്ട് നോക്കാം ഒരു ഒരെണ്ണമെങ്കിലും നമുക്ക് ചെയ്തു പോകണ്ടേ പേജ് നമ്പർ ഫിഫ്റ്റി വണ്ണിൽ കൊടുത്തിട്ടുണ്ട് test significance difference between uncorrelated or independent മീൻസിൽ കൊടുത്തിരിക്കുകയാണ് അവിടെ step one computation of the mean കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പ് ടൂവിൽ computation of the combined standard deviation കൊടുത്തിട്ടുണ്ട് കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ വേണ്ടിയിട്ട് എക്സ് വണ് അതായത് X one into minus M one deviation of scores first sample from its mean എന്നാണ് ദെൻ എക്സ് ടു എക്സ് ടുവിലാണെങ്കിൽ എക്സ് വണ്ണും എക്സ് ടൂവും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ബുക്കിനകത്ത് കൊണ്ടുപോയിട്ട് എക്സും വൈയും കൊടുത്തിട്ടുണ്ട് കേട്ടോ എക്സ് വൺ എന്നും എഴുതും എക്സ് ടു എന്നും എഴുതും അല്ലെങ്കിൽ എക്സ് വൺ എന്നും വൈ എന്ന് എക്സ് എന്നും വൈ എന്നും എഴുതും ഒന്നുകിൽ എക്സ് വൺ അല്ലെ എക്സ് ടു അല്ലെങ്കിൽ എക്സും വൈയും അത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത് നമ്മൾ ആ ഗ്രൂപ്പിന് എന്ത് പേരിടണം എന്നുള്ളത് കേട്ടോ അപ്പൊ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് X two minus N two deviation scores of second sample from its mean അപ്പൊ എക്സ് ആണെങ്കിൽ ആദ്യത്തേത് എക്സ് ആണെങ്കിൽ എക്സിൽ നിന്ന് മീൻ കുറയ്ക്കുന്നു രണ്ടാമത് വൈ ആണെങ്കിൽ വൈയിൽ നിന്ന് മീൻ കുറയ്ക്കുന്നു അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇനി സ്റ്റാൻഡേർഡ് ഡിവിഷൻ കാണാൻ വേണ്ടിയിട്ട് square root of X square plus sigma അവിടെ എക്സ് വണ്ണും എക്സ് ടു ആണ് സിഗ്മ വൈ സ്ക്വയർ നമ്മൾ അപ്പുറത്ത് ചെയ്യാൻ പോകുന്നത് അങ്ങനെയാണ് into n1 minus one plus N two minus one ഇങ്ങനെ നമുക്കൊരു ഫോർമുല തന്നിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ഡിവിയേഷന്റെ ഇത് കമ്പ്യൂട്ടേഷൻ ഓഫ് സ്റ്റാൻഡ് മനസ്സിലാവുന്നുണ്ടോ ഇത് ഇല്ല ഇതിങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് അടുത്തത് ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളും കേട്ടോ ദെൻ സ്റ്റാൻഡേർഡ് എറർ നോക്കാൻ വേണ്ടിയിട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ രണ്ട് മീനിന്റെ നോക്കാൻ വേണ്ടിയിട്ട് അതായത് standard error of deviation is equal to standard deviation square root of 1 divided by n1 plus 1 divided by n2. ഈ ഫോർമുലകളെല്ലാം ചെയ്താലേ നമുക്ക് ടിയിലേക്ക് വരാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഇനി അടുത്തത് compute T value for the difference in two independent sample രണ്ട് ഇൻഡിപെൻഡന്റ് സാമ്പിൾ തന്നാൽ ടി വാല്യൂ കാണാൻ വേണ്ടിയിട്ട് അതായത് T is equal to M one minus M two minus zero by S C D അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം zero by S C D എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും ഉണ്ടാകുന്നില്ല അല്ലേ ഉണ്ടോ ഒരു സംഖ്യയെ നമ്മൾ സീറോ വെച്ചിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക സീറോ വെച്ച് ഇൻറ്റു ചെയ്താൽ എന്താ കിട്ടുക പറയും മക്കളെ സീറോ കൊണ്ട് ഒന്നത്തിനെ നമ്മൾ ഇൻഡ്യൂ ചെയ്താലും സീറോയാണ് സീറോ കൊണ്ട് ഒന്നിനെ നമ്മൾ ഡിവൈഡ് ചെയ്താലും സീറോ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ അത് ഓർക്കണേ കറക്റ്റ് ചെയ്യുമ്പോൾ ദെൻ ഫൈവ് ഫിഫ്ത്ത് സ്റ്റെപ്പാണ് ഡി എഫ് കാണാൻ വേണ്ടിയിട്ട് അതായത് ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാൻ വേണ്ടിയിട്ട് ഡിഗ്രി ടു ഫ്രീഡം കാണാൻ വേണ്ടിയിട്ട് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്നാണ് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് D F is equal to N one minus വണ്ണും എൻ ടു മൈനസ് വണ്ണോ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ പുസ്തകത്തിലെ തെറ്റാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് നോക്കിക്ക് വരണം പേജ് നമ്പർ എത്രയാ ഫിഫ്റ്റി ടുവിലെ ആദ്യത്തേത് table scores of boys and girls at the T value calculation ചെയ്ത് നോക്കിയാലോ പറയടോ എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാ കിട്ടുക എന്നറിയാവോ സ്കോർസ് ഒപ്റ്റൻഡ് ബൈ ബോയ്സും സ്കോർസ് ഒപ്റ്റൻഡ് ബൈ ഗേൾസും മാത്രമേ നിങ്ങളുടെ മുമ്പിൽ കിട്ടുകയുള്ളൂ ഓക്കെ നിങ്ങളൊരു പേപ്പറും കൂടെ എടുത്ത് കയ്യിൽ പിടിച്ചാൽ മതി സ്കോർസ് ഒപ്റ്റൈൻഡ് അവിടെ കൊടുത്തിട്ടുണ്ട് കറക്റ്റ് അല്ലേ കാണുന്നുണ്ടോ ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞു പോവുകയാണ് നിങ്ങൾ ആ പേജ് നമ്പർ ഫിഫ്റ്റി ടുവില് കാണുന്നുണ്ട് സ്കോർസ് ഒപ്റ്റൈൻഡ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഈ രണ്ടെണ്ണം മാത്രമേ നിങ്ങൾക്ക് തരുള്ളൂ എന്നിട്ട് നിങ്ങളോട് ടി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുകയാണ് ഈ ബുക്കിലെ തന്നെ തന്നെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് എക്സാം എക്സാം എക്സാം വരുമ്പോൾ ടി വാല്യൂ കാണാൻ വേണ്ടി ഡി ടെസ്റ്റ് ഇത് ഇതാണ് നിങ്ങൾക്ക് തന്നതെങ്കിൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഈ രണ്ട് സ്കോറ് നേരെ എഴുതി തരും ഒന്നുകിൽ ഗ്രൂപ്പ് വൺ എന്ന് അല്ലെങ്കിൽ ഗ്രൂപ്പ് ടു എന്ന് എഴുതും അല്ലെങ്കിൽ ഗേൾസ് ബോയ്സ് എന്ന് എഴുതിയിട്ട് ഇത്രയും തരും മനസ്സിലായോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ ഇതുപോലെ ടേബിൾ വരയ്ക്കണം ടേബിൾ വരച്ചിട്ട് ആദ്യം ബോയ്സിന്റെ ടേബിളിന് നമ്മൾ എക്സ് എന്ന് പേരിട്ടു ഓക്കെ കാണുന്നുണ്ട് അതിനകത്ത് കാരണം ബുദ്ധിമുട്ടില്ല ദെൻ അത് കൂട്ടി എഴുതും സിഗ്മ എക്സ് എത്ര ടോട്ടൽ കിട്ടിയെന്ന് അവർക്ക് എല്ലാവർക്കും കൂടെ സ്കോർ കിട്ടിയിരിക്കുന്നത് എത്രയാണ് നൂറ്റി എൺപതാണ് ശരിയല്ലേ സ്കോർ ദെൻ അങ്ങനെ നൂറ്റി എൺപത് എത്ര പേർക്കാ കിട്ടിയത് മീൻ കാണണം എത്ര പേർക്കാ നൂറ്റി എൺപത് കിട്ടിയത് ആരേലും ഒരാളെങ്കിലും റിപ്ലൈ താ ബുക്ക് ഉണ്ട് മാം മാം ഇതിനകത്ത് ആറ് പേരാണ് ആറ് പേർക്കും കൂടി അവരുടെ സം ആണ് വൺ എയ്റ്റി വൺ എയ്റ്റി അപ്പൊ ആ വൺ എയ്റ്റി ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടണം തേർട്ടി അപ്പൊ അവിടെ തേർട്ടി ആക്കിക്കേ നിങ്ങളുടെ ബുക്കിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട് കണ്ടോ നമുക്ക് മീൻ തേർട്ടി കിട്ടിയേ ഇനി രണ്ടാമത്തെ കോളത്തിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എക്സ് എന്ന് പറഞ്ഞൊരു സാധനം അവിടെ തന്നിട്ടുണ്ട് ഓൾറെഡി നമ്മൾ മീൻ എഴുതുമ്പോൾ എക്സ് ബാർ എന്നാണ് എഴുതാറ് അല്ലേ അതെ അല്ലെങ്കിലും അപ്പൊ നമുക്കിനി കാണേണ്ട രണ്ടാമത്തെ കോളത്തിലെ ആ സ്മോൾ എക്സ് കാണേണ്ടത് എക്സ് മൈനസ് എക്സ് ബാർ ആണ് എക്സ് മൈനസ് എക്സ് ബാർ ആണ് എക്സ് ബാർ നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത് ദാറ്റ് മീൻസ് മീൻ മീൻ എത്രയാണോ കിട്ടിയിരിക്കുന്നത് ഒരു ടെസ്റ്റെങ്കിലും പഠിച്ചാൽ പത്ത് മാർക്ക് കിട്ടും മീൻ എത്രയാ നമുക്ക് കിട്ടിയിരിക്കുന്നേ അയ്യോ അല്ലല്ലോടാ നമ്മൾ നൂറ്റി എൺപതിനെ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം നമുക്ക് തേർട്ടി കിട്ടി ബുക്കിനകത്തെ മുഴുവൻ കറക്റ്റ് അല്ല അപ്പം നമ്മള് മീൻ കിട്ടി ഇല്ലേ മുപ്പത് കിട്ടി കിട്ടിയോ എന്നിട്ട് എക്സ് മൈനസ് എക്സ് ബാർ എടുക്കുക രണ്ടാമത്തെ കുളത്തില് അങ്ങനെ എഴുതി വെക്കുക രണ്ടാമത്തെ കോളത്തിൽ എക്സ് മൈനസ് എക്സ് ബാർ എന്ന് ഓക്കെ എക്സ് എന്ന് പറയുന്നത് എത്രയാണ് ആദ്യത്തേനകത്ത് ട്വന്റി എയ്റ്റ് എക്സ് ബാർ എത്രയാണ് തേർട്ടി തേർട്ടി അപ്പൊ ട്വന്റി എയ്റ്റിൽ നിന്ന് തേർട്ടി പോയാല് മൈനസ് ടു കറക്റ്റ് അല്ലേ താഴെ എഴുതി വെച്ചിരിക്കുന്നത് തെറ്റിച്ചാണെങ്കിലും മുകളിൽ ആൻസർ കറക്റ്റ് എഴുതിയേക്കുന്നത് കേട്ടോ ഇനി തേർട്ടി ഫൈവിൽ നിന്ന് നമുക്ക് എത്ര കുറയ്ക്കണം തേർട്ടി കുറയ്ക്കണം അപ്പൊ എത്ര കിട്ടി ഫൈവ് കിട്ടി കറക്റ്റ് അല്ലേ ഓക്കെ അത് നോക്കിക്കേ കറക്റ്റ് ആണെന്ന് തേർട്ടി ടൂയിൽ നിന്ന് തേർട്ടി പോയി ടു കിട്ടി ട്വന്റി ഫോറിൽ നിന്ന് തേർട്ടി പോയി മൈനസ് സിക്സ് കിട്ടി തേർട്ടി സിക്സിൽ നിന്ന് തേർട്ടി പോയി പ്ലസ് സിക്സ് കിട്ടി അവിടെ പ്ലസ് ആക്കണേ ദെൻ ട്വന്റി ഫൈവിൽ നിന്ന് തേർട്ടി പോയി അപ്പൊ എത്ര കിട്ടി മൈനസ് ഫൈവ് കിട്ടി ആ അവിടെ മൈനസ് ഫൈവ് ഓക്കെ ഇനി ഇതിനെ നമ്മൾ എക്സ് ആണ് നമുക്ക് കിട്ടിയത് നമ്മൾ എക്സ് സ്ക്വയർ കാണിക്കുന്നു എക്സ് സ്ക്വയർ കാണിക്കുമ്പം എല്ലാം എങ്ങനെ വരും മൈനസും പ്ലസും ഒക്കെ ഒരുപോലെ വരും മനസ്സിലാക്കി പോകാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത് കേട്ടോ മനസ്സിലാക്കുന്നുണ്ട് മാം പിന്നെ നമ്മൾ സിഗ്മ എക്സ് സ്ക്വയർ കണ്ടു അതെല്ലാം കൂടെ കൂട്ടി എടുത്തു നമ്മൾ ഓക്കെ അപ്പൊ നമുക്ക് കിട്ടിയേ അവിടെ എഴുതിയിട്ടുണ്ട് വൺ തേർട്ടി എന്ന് കറക്റ്റ് ആണോ നോക്കിയാൽ മതി കറക്റ്റ് ആണത് അടുത്തത് അല്ലേ കറക്റ്റ് അല്ലേ അതെ കറക്റ്റ് ആണ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കോളൂ കേട്ടോ തന്നെ അടുത്തത് നമുക്ക് ഗേൾസിന് കിട്ടിയ സ്കോർ നമുക്ക് തന്നിട്ടുണ്ട് കണ്ടോ ഗേൾസിന് കിട്ടിയ സ്കോർ ശരിയാണ് കറക്റ്റാണ് എഴുന്നൂറ്റി നാൽപ്പത് തന്നെയാണ് പത്ത് പേരും ഉണ്ട് അപ്പൊ നമുക്ക് അതിന്റെ മീൻ കാണണം അപ്പൊ മീൻ കാണുന്ന ഏതിന് ഏതിന്റെ മീനാ നമുക്ക് കാണേണ്ട വൈയുടെ മീൻ കാണുകയാണ് സിഗ്മ വൈ ബൈ എൻ ഇരുന്നൂറ്റി നാൽപ്പത് ഡിവൈഡഡ് ബൈ പത്ത് അല്ലേ അപ്പൊ നമുക്ക് ട്വന്റി ഫോർ കിട്ടി കറക്റ്റ് ആണല്ലോ താഴെ കൊടുത്തിട്ടുണ്ട് അത് കറക്റ്റ് ആണ് ഇനി നമുക്ക് കാണേണ്ടത് വൈ മൈനസ് വൈ ബാർ ആണ് വൈ മൈനസ് വൈ ബാർ അതായത് ഒന്നാമത്തേനകത്ത് ഇരുപത് മൈനസ് ഇരുപത്തിനാല് അല്ല ശരിയല്ലേ ഇരുപത് വൈ മൈനസ് വൈ ബാർ അതായത് മീന് മീൻ നമുക്ക് കിട്ടിയിരിക്കുന്ന ട്വന്റി ഫോർ ആണ് മുകളിൽ എഴുതി വെക്കണം വൈ മൈനസ് വൈ ബാറിനെ അപ്പൊ ഇരുപതിൽ നിന്ന് ഇരുപത്തിനാല് കുറച്ചാല് നമുക്ക് മൈനസ് ഫോർ കിട്ടും പതിനാറിൽ നിന്ന് ഇരുപത്തിനാല് കുറച്ചാൽ നമുക്ക് മൈനസ് എട്ട് കിട്ടും ഇരുപത്തഞ്ചിൽ നിന്ന് ഇരുപത്തിനാല് കുറച്ചാൽ ഒന്ന് കിട്ടും മുപ്പത്തിനാലിൽ നിന്ന് ഇരുപത്തിനാല് കുറച്ചാൽ പത്ത് കിട്ടും ഇരുപതിൽ നിന്ന് ഇരുപത്തിനാല് കുറച്ചാൽ നാല് കിട്ടും ഇരുപത് ഇരുപതിൽ ഇരുപത്തിനാല് കുറച്ചാൽ മൈനസ് നാല് അല്ലേ ഇരുപത്തെട്ടിൽ നിന്ന് ഇരുപത്തിനാല് കുറച്ചാൽ പ്ലസ് നാല് മുപ്പത്തൊന്നിൽ നിന്ന് ഇരുപത്തിനാല് കുറച്ചാൽ ഏഴ് ഇരുപത്തിനാലിൽ നിന്ന് ഇരുപത്തിനാല് കുറച്ചാൽ സീറോ ഇരുപത്തേഴിൽ നിന്ന് ഇരുപത്തിനാല് കുറച്ചാൽ മൂന്ന് പതിനഞ്ചിൽ നിന്ന് ഇരുപത്തിനാല് കുറച്ചാൽ മൈനസ് നയൻ കറക്റ്റ് കിട്ടിയിരിക്കുന്നത് ഇനി അതിനെല്ലാം എന്ത് ചെയ്യും സ്ക്വയർ ചെയ്യും സ്ക്വയർ ചെയ്തിട്ട് നമ്മൾ സിഗ്മ വൈ സ്ക്വയർ ഇത്രയും ഓക്കെ അല്ലേ ഓക്കെ ഇനി അടുത്തത് നോക്കിയോ കാൽക്കുലേഷൻ നോക്കിയോ ഇനി നമുക്ക് കാണേണ്ടത് ടി ടെസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇപ്പൊ മനസ്സിലായോ ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടി ടെസ്റ്റ് പാരാ ഇതിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഏതിലായിരുന്നു നമ്മൾ രാവിലെ പഠിച്ചപ്പം നമ്മൾ പഠിച്ചു തുറക്കുന്നുണ്ട് അന്ന് ഞാൻ എന്നാലും ഞാൻ നിങ്ങളോട് പറഞ്ഞു മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കൂടി നമ്മൾ പഠിക്കുന്നതിന്റെ കൂടെ എപ്പോഴും നമുക്ക് കൂടെ വരണമെന്ന് പറഞ്ഞു ഇൻഫ്ലുവൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുമ്പോൾ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് വരും ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് മീനും സ്റ്റാൻഡേർഡ് ഡിവിയേഷനും കണ്ടോ ആദ്യം നമ്മൾ മീൻ കണ്ടു ഇപ്പൊ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡിവിയേഷന്റെ നമുക്ക് തന്നിട്ടുണ്ട് എങ്ങനെയാണ് സ്ക്വയർ റൂട്ട് ഓഫ് ബ്രാക്കറ്റിലാണ് sigma X square plus sigma Y square ഇത് മുകളിലാണ് അത് സ്ക്വയർ റൂട്ട് കോമൺ ആയിട്ടാണ് ഡിവൈഡഡ് ബൈ നമ്മൾ സാധാരണ ഡിവൈഡഡ് ബൈ എഴുതുമ്പം താഴെ ഒരു വര വരച്ചിട്ടാണ് ഡിവൈഡഡ് ബൈ എന്ന് എഴുതുന്നത് അങ്ങനെ എഴുതു കിട്ടോ എന്നാലേ കറക്റ്റ് കിട്ടുള്ളൂ then N one minus one plus N two minus one N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ നമ്പർ എത്ര പേരുണ്ടെന്നുള്ളതാണ് സിഗ്മ എക്സ് സ്ക്വയർ അവിടെ തെറ്റിച്ചു സ്റ്റാൻഡേർഡ് ഡിവിയേഷനിൽ സിഗ്മ എക്സ് സ്ക്വയർ തെറ്റിച്ചാണ് എഴുതിയിരിക്കുന്നത് വൺ വൺ സീറോ എന്നാണ് എഴുതിയിരിക്കുന്നത് വൺ ത്രീ സീറോ വേണമായിരുന്നു നിങ്ങൾ ഈ ഒരെണ്ണം ചെയ്ത പത്ത് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇമ്പോർട്ടൻസ് ആയിട്ട് പറഞ്ഞു തരുന്നത് one three three zero plus sigma Y square എത്രയായിരുന്നു ത്രീ ഫൈവ് ടു ഓക്കെ പിന്നെ ആദ്യത്തെ നമ്പർ ആറാണ് ആറിൽ നിന്ന് കുറയ്ക്കുന്നു പത്തിൽ നിന്ന് കുറയ്ക്കുന്നു ആറിൽ നിന്ന് കുറച്ചാൽ അഞ്ച് പത്തിൽ നിന്ന് കുറച്ചാൽ ഒമ്പതോ ഒമ്പത് അഞ്ചും പതിനാല് അല്ലേ ഇനി കൂട്ടി എഴുതിയിരിക്കുന്നതിൽ വ്യത്യാസം വന്നല്ലോ നൂറ്റി മുപ്പതും മുന്നൂറ്റി അമ്പത്തിരണ്ടും കൂടെ കൂട്ടിയാൽ എത്രയാണ് നൂറ്റി മുപ്പതും മുന്നൂറ്റി അൻപത്തിരണ്ടും കൂടെ കൂട്ടിയാൽ എത്രയാണ് ആ അപ്പൊ square root of four eighty two divided by fourteen then four eighty two divided by fourteen എത്ര വരും അതിനകത്തില്ലേ ബുക്കിൽ നോക്കി വായിക്കാനൊന്നും പറ്റില്ല ചെയ്ത് നോക്ക് square root of four eighty two divided by fourteen അപ്പൊ ആദ്യം ഉള്ളിലുള്ളത് ചെയ്യുക four eighty two divided by fourteen നാനൂറ്റി എൺപത്തിരണ്ടിനെ പതിനാല് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു thirty four point four two eight ആ thirty four point four two okay അതിനെ സ്ക്വയർ റൂട്ട് ചെയ്താൽ എത്ര കിട്ടും നിങ്ങളുടെ കയ്യിലേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇനി ചെയ്യാനേ ഇതിനകത്ത് കറക്റ്റ് അല്ലാത്തത് കാരണം ഇതിനകത്ത് ഫൈവ് പോയിന്റ് സെവൻ ഫോർ കിട്ടി നമുക്ക് ഫൈവ് പോയിന്റ് എയ്റ്റ് സെവൻ കിട്ടും കുറച്ചൊരു ഡിഫറൻസേ ഉള്ളൂ എന്നാണ് ഡിഫറൻസ് ഡിഫറൻസ് തന്നെ ദെൻ അടുത്തത് നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത് സ്റ്റാൻഡേർഡ് എറർ ഡിവിയേഷനിൽ എറർ കാണാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇല്ലേ S D is equal to S D എന്ന് വെച്ചിട്ട് പിന്നെ ബ്രാക്കറ്റിൽ എന്താ കൊടുത്തിരിക്കുന്നത് എസ് ഡി നമുക്ക് കിട്ടിയായിരുന്നല്ലോ അല്ലേ five point eight seven S D എ അത് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൽ square root of N one plus N two divided by N one in n1 into n2 n1 ഉം എൻ ഉം നിങ്ങൾക്ക് അറിയാം അല്ലെ ആറും പത്തും ആയിരുന്നു അല്ലെ ആണോ ആ ഓക്കെ എസ് ഡി നമുക്ക് കിട്ടിയായിരുന്നു S D five point eight seven then square root of ആറ് പ്ലസ് പത്തും ആറ് ഇൻറ്റു പത്തും അപ്പൊ സ്ക്വയർ റൂട്ടിനടിയിൽ എത്ര വരും ആറ് പ്ലസ് പത്ത് പതിനാറ് വരും ആറ് ഇൻറ്റു പത്ത് അറുപത് വരും അപ്പം അഞ്ച് പോയിന്റ് എട്ട് ഏഴ് എന്ന് പുറത്തും പിന്നെ അകത്തെന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് പതിനാറ് ബൈ അറുപത് that is equal to five point eight seven into into എത്രയാ പതിനാറ് ഡിവൈഡഡ് ബൈ പതിനാറ് ഡിവൈഡ് ബൈ അറുപത് എന്ന് പറയുമ്പോ എത്ര കിട്ടും അത് സ്ക്വയർ റൂട്ടിലല്ലേ കിട്ടിയിരുന്നേ സ്ക്വയർ റൂട്ട് ഓഫ് വരുവല്ലേ square root of zero point two six എന്നല്ലേ വന്നേ ആണോ ആ ഇനി അതിന്റെ സ്ക്വയർ റൂട്ട് എത്രയാന്ന് പറഞ്ഞേ 5.87 into square root of 0.26. 0.51 ആയിരിക്കല്ലേ അഞ്ചഞ്ച് ഇരുപത്തഞ്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് ഒരു പോയിന്റ് ഇട്ടാൽ പോയിന്റ് ടു ഫൈവ് കിട്ടും അപ്പൊ ഫൈവ് പോയിന്റ് വൺ ആയിരിക്കില്ലേ എത്ര ആൻസർ കിട്ടും അപ്പം five point eight seven into point five one കിട്ടി നമുക്ക് എന്താ നമുക്ക് two point nine nine nine എന്ന് പറയുന്നത് എസ് ഡി അല്ലേ എന്താ നമുക്ക് ടു പോയിന്റ് നയൻ നയൻ കിട്ടിയത് എസ് സി അല്ലേ എസ് ഡി എത്രയായിരുന്നു കിട്ടിയത് ഈശോയെ five point eight seven okay then the C കിട്ടിയത് S E D two point ഇവിടെ നയൻ എയ്റ്റ് ആണെങ്കിൽ നമുക്ക് നയൻ നയൻ കിട്ടി അത്രയേ ഉള്ളൂ വ്യത്യാസം ഇനി ടി കണ്ടേ T is equal to M one minus M two M one എത്രയായിരുന്നു എം വൺ എത്രയായിരുന്നു നിങ്ങളോട് ഞാൻ വെട്ടിത്തിരുത്തി എഴുതാന്നൊക്കെ പറഞ്ഞതാ M one thirty one point six six അല്ലല്ലോ നൂറ്റി എൺപതിനെ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാ കിട്ടുന്നേ തേർട്ടി അവിടെയാണേ അത് വെട്ടി എഴുതുന്ന ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞിരുന്നു തേർട്ടി മൈനസ് എം ടു എത്രയാണ് എം വൈ അല്ലെ twenty four then minus zero divided by two by ചെയ്തിട്ട് പറഞ്ഞ എത്ര ആൻസർ കിട്ടുന്നതെന്ന് അപ്പൊ six minus zero six minus zero okay ചെയ്യാം by 0 by 2.99 എത്ര കിട്ടി ആറ് ഡിവൈഡഡ് ബൈ നമ്മളങ്ങനെ നേരെ ചെയ്തുകൊണ്ടാണ് അത് വന്നതല്ലേ ആറ് divided by two point nine nine six divided by two point nine nine എന്ന് പറയുമ്പോൾ എത്ര കിട്ടിയേ two S two point zero zero correct ആണ് അപ്പൊ നമുക്കൊരു വാല്യൂ തന്നിട്ടുണ്ടല്ലോ അല്ലെ ഇനിയിപ്പോ അവിടെ താഴെ കൊടുത്തിരിക്കുന്ന വായിച്ചാൽ മതി കറക്റ്റ് ആയിട്ടാണ് ഡി എഫ് കൂടെ കാണാൻ പറഞ്ഞിട്ടുണ്ട് ഡി എഫിന്റെ ഫോർമുല നോക്കിയേ N one minus one plus N two minus one എത്രയാ അപ്പൊ കിട്ടുക ആറിൽ നിന്ന് പോയി അഞ്ച് പത്തിൽ നിന്ന് പോയി ഒമ്പത് ഒമ്പത് അഞ്ച് പതിനാല് കിട്ടിയേ നമുക്കും നോൺ സിഗ്നിഫിക്കന്റ് ആണ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ലെവല് പോയിന്റ് സീറോ ഫൈവിനും പോയിന്റ് സീറോ വണ്ണിനും ഇടയ്ക്കാണോ നിൽക്കുന്നത് നമ്മുടേതും ഡിഫറൻസ് എന്ത് വന്നു main difference between boys and girls is non significant ഒരെണ്ണമെങ്കിലും ചെയ്യാൻ പഠിച്ചോ പുസ്തകത്തിനകത്തുണ്ട് ബട്ട് ആ ചെയ്യേണ്ട ഫോർമുലയൊക്കെ പഠിച്ചോന്നാണ് ചോദ്യം ഏകദേശം രൂപം കിട്ടിയോ മക്കളെ എന്തോ ഡി എഫ് സീറോ എങ്ങനെയായിരുന്നു N minus one plus n2 two minus one അത് ഫൈവ് പ്ലസ് നയൻ ഫോർട്ടീൻ ആ ഫോർട്ടീൻ ഡി എഫ് ഫോർട്ടീൻ കിട്ടും ഓക്കെ ഞാൻ ഒന്നുകൂടി പറയാവേ ഇതിനകത്ത് നിങ്ങൾക്ക് ഡേറ്റ മാത്രമേ തരുള്ളൂ എക്സാമിന് കേട്ടോ സ്കോർസ് മാത്രമേ തരുള്ളൂ ഈ ഡി എഫ് വാല്യൂ എന്താണ് D F value D F value പുറത്ത് കൊടുത്തിട്ടുണ്ടോ നോക്കിക്കേ D F find the degree to freedom degree of degree of freedom is using the following formula അത് കാണാൻ വേണ്ടിയാണ് എത്ര മാത്രം ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ അത് രണ്ടും അത്രേ ഉള്ളൂ നമുക്ക് ഒന്നിനും ആവശ്യം വരുന്നില്ല പക്ഷെ നിങ്ങൾക്ക് എക്സും വൈയും എക്സും വൈന്ന് പേര് പോലും തരികയില്ല നിങ്ങൾ വേണം പേരിടാൻ എക്സ് വണ്ണും എക്സ് ടു ഒക്കെ വേണമെങ്കിൽ പേരിടാം അല്ലെങ്കിൽ എക്സ് വണ്ണും എക്സ് എന്നും വൈ എന്നും ഇടാം ഈ സ്കോർ മാത്രമേ നിങ്ങൾക്ക് തരുള്ളൂ അത് ഓർത്തിരിക്കണേ പത്ത് മാർക്കിന്റെ ക്വസ്റ്റ്യനും ആയിരിക്കും അപ്പൊ ആദ്യം മീൻ കാണണം പിന്നെ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ കാണണം സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ കഴിഞ്ഞിട്ട് എന്ത് കാണാൻ പറ്റുള്ളൂ മീൻ കാണാൻ പറ്റുള്ളൂ അതിനിടയ്ക്ക് ഒരു ഒരു ഒരു സെന്റൻസോടെ അവരവിടെ വിടുന്നുണ്ട് ഒന്നുകൂടി എന്താണ് computation of standard deviation standard error of difference between two means അതും കൂടി കാണണം അതായത് സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ്റെ കൂടെ one divided by N one plus one divided by N two എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മാതിരി രൂപം കിട്ടിയെന്ന് വിചാരിക്കുന്നു എക്സാമിന് വരും കറക്റ്റായിട്ട് ടി ടെസ്റ്റ് അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഡേറ്റ മാത്രമാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് ഈ മീൻ കാണാൻ പഠിക്കണം ആദ്യം മീൻ കാണാൻ പഠിക്കണം ഓരോ സ്റ്റെപ്പിനും മാർക്കിട്ട് പോകും പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ പഠിക്കണം അത് കഴിഞ്ഞിട്ട് സ്റ്റാൻഡേർഡ് ഡിവേഷന്റെ എറർ കാണാൻ പഠിക്കണം ഓക്കെ ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ മാം അവരെ വെയിറ്റ് ചെയ്യണോ അല്ല കയറാൻ കഴിയോ ഇനി അങ്ങോട്ട് ക്ലാസ്സിൽ എനിക്ക് അറിയില്ലല്ലോ മോളെ ഞാൻ ആരെങ്കിലും വിളിക്കണോ മാം വിളിച്ചിട്ട് ചിലപ്പോൾ അവർ ഒന്നുകൂടി കേറ്റാൻ ശ്രമിക്കുന്നുണ്ടാവും ഞാൻ വിളിക്കാം ഇനി അടുത്തത് അതും അതുപോലെ തന്നെ മീൻസ് കോഴ്സും സ്റ്റാൻഡേർഡ് ഡിവിയേഷനും ഇതിനകത്ത് തന്നിട്ടുണ്ട് ഇതുവരെ എളുപ്പത്തിന് തന്നിരിക്കുന്നതാണ് പക്ഷെ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇപ്പൊ ഈ ആദ്യമേ ചെയ്തതുപോലെ തന്നെ ആയിരിക്കും മീനും സ്റ്റാൻഡേർഡ് ഡിവിയേഷനും ചെയ്ത് തന്നിട്ട് നിങ്ങളോട് ടി ടെസ്റ്റ് ചെയ്യാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് തന്നിരിക്കുന്നതാണ് അതിനകത്ത് വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് എന്ത് നോക്കാം സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ കാണാം അല്ല മീൻ ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പൊ ഇതെല്ലാം തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എറർ കാണാൻ പറ്റും എറർ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മീൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത് ടി ടെസ്റ്റിന് പല ഫോർമുലയുണ്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഫോർമുല ഒരേ ഒരു ഫോർമുല പഠിക്കുക അതായിരിക്കും ഈസി നോക്കിക്കോളൂ ബോയ്സും ഗേൾസും തന്നിട്ടുണ്ട് നമുക്ക് അവരുടെ മീൻ തന്നിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ തന്നിട്ടുണ്ട് നമ്പർ തന്നിട്ടുണ്ട് ഡി എഫും തന്നിട്ടുണ്ട് ഓക്കെ ഇനി ഒന്ന് നോക്കിക്കോളൂ ഈ തന്നിരിക്കുന്നതൊക്കെ താഴെ എഴുതിയും വെച്ചിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് സ്റ്റാൻഡേർഡ് ഡിവിയേഷന്റെ എങ്ങനെയാണ് കണ്ടെന്നുള്ളതും തന്നിട്ടുണ്ട് അപ്പൊ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ഓഫ് ഗ്രൂപ്പിന്റെ തന്നിട്ടുണ്ട് എസ് ഡി വൺ ഗ്രൂപ്പ് എത്രയാ കിട്ടിയിരിക്കുന്നത് തന്നിട്ടുണ്ട് ദെൻ നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ട് വീണ്ടും സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ടുവിന്റെ തന്നിട്ടുണ്ട് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ടുവിന്റെ തന്നിട്ടുണ്ട് ദെൻ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു കാൽക്കുലേറ്റ് ചെയ്തു വരെ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട് ഇനി നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ടി ടെസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് ചെയ്ത് പഠിച്ചാലേ ഇത് അറിയത്തുണ്ടാവുള്ളൂ കേട്ടോ ഇങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല ബുക്കിനകത്ത് ആൻസർ തന്നിരിക്കുന്ന കാരണം എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല കഴിഞ്ഞ വർഷമൊന്നും ബുക്കിൽ ആൻസർ തരികയില്ലായിരുന്നു ക്വസ്റ്റ്യൻസ് തന്നിട്ട് ബാക്കിലായിരുന്നു ആൻസർ കിടന്നിരുന്നത് ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഞാൻ ആൻസർ തന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിത് ചെയ്ത് പഠിക്കണം കേട്ടോ ഒന്നാമത്തേത് അതുകൊണ്ടാണ് പറഞ്ഞു തന്നത് വ്യത്യസ്തമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമുക്കൊരു ടെസ്റ്റോടെ ചെയ്ത് നോക്കാവേ പേജ് നമ്പർ ഫിഫ്റ്റി ഫൈവില് ടെസ്റ്റ് ചെയ്യാം ഇത് തന്നിരിക്കുന്നത് ഡിഫറൻസ് മെത്തേഡിന്റെ കാണാൻ വേണ്ടിയിട്ടാണ് when groups are small then we must prefer the difference method to the given above that is illustrate in example തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഇതാണ് പോലെ താഴ്ത്തി നോക്കാം twelve participants were tested on a attitude scale പന്ത്രണ്ട് പാർട്ടിസിപ്പൻസ് ആണ് ആറ്റിറ്റ്യൂഡ് സ്കെയില് ചെയ്തിരിക്കുന്നത് then they made a made to read some literature in order to change their attitude അപ്പൊ അവരുടെ ആറ്റിറ്റ്യൂഡ് മാറ്റാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു ലിറ്ററേച്ചർ ഇവർ വായിക്കാൻ കൊടുത്തു their attitude were again measured by the same scale ആദ്യം ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്തു എന്നിട്ട് അവർക്ക് ഒരു ലിറ്ററേച്ചർ വായിക്കാൻ കൊടുത്തു അത് കഴിഞ്ഞിട്ട് വീണ്ടും അതേ സ്കെയിൽ ഉപയോഗിച്ച് ഇവരുടെ ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യാണ് മെഷർ ചെയ്യാണ് ദ റിസൾട്ട്സ് ഓഫ് കിട്ടിയതാണ് ടെൻഷ്യൽസ് ആൻഡ് ഫൈനൽ ടെസ്റ്റിംഗ് അണ്ടർ അവരുടെ കൊടുത്തിരിക്കുകയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ട് ഇനിഷ്യൽ കണ്ടീഷനിൽ ആദ്യത്തെ കണ്ടീഷനിൽ കിട്ടിയത് ആദ്യത്തെ കോളത്തിൽ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ കണ്ടീഷനിൽ കിട്ടിയത് രണ്ടാമത്തെ കോളത്തിലും കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ആദ്യം അവർക്ക് ആറ്റിറ്റ്യൂഡ് സ്കെയിൽ കൊടുത്തപ്പോ കിട്ടിയതാണ് ആദ്യത്തേത് പിന്നെ രണ്ടാമത്തേത് കൊടുത്തപ്പോ എന്നിട്ട് അതിന്റെ ഡിഫറൻസ് നോക്കുന്നുണ്ട് ഡിഫറൻസ് എന്താണ് പറയുന്നത് condition two minus condition one condition ഫൈനലിന്റെ കണ്ടീഷനിൽ നിന്ന് ഫസ്റ്റിലേത് കുറച്ചിട്ട് ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ദെൻ അതിനു മുമ്പ് എന്ത് ചെയ്തു നമ്മള് അത് കാണാൻ വേണ്ടിയിട്ട് മീൻ കാണണമെങ്കിൽ ആദ്യം നമ്മൾ ഇതിന്റെ ഡിഫറൻസ് കാണണം ഡിഫറൻ ഡിഫറൻസ് കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കിക്കോളൂ നിങ്ങൾക്ക് ഈ രണ്ട് കണ്ടീഷൻ മാത്രമേ തരുള്ളൂ ആദ്യത്തെ കണ്ടീഷൻ ഈ മോളിൽ കിടക്കുന്ന ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻസ് നേരെ എഴുതി തരും നിങ്ങൾക്ക് ഇനിഷ്യൽ കണ്ടീഷൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ നേരെ എഴുതിയിട്ടുണ്ടാവും രണ്ട് എന്നിട്ട് നിങ്ങൾ വേണം ഇത് അറേഞ്ച് ചെയ്ത് ഇതുപോലെ കോളത്തിൽ എഴുതാൻ കിട്ടിയോ ഞാൻ പറഞ്ഞ മനസ്സിലായോ ആ നിങ്ങൾക്ക് മോളിൽ ഈ എക്സാമ്പിൾ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന അത് കൊടുത്തിട്ട് അതിന്റെ താഴെ എന്തെന്ന് പറയും ഇനിഷ്യൽ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് നേരെ തന്നെ ആയിരിക്കും ഇത് കൊടുത്തേക്കുക ക്വസ്റ്റ്യൻ കൊടുത്തേക്കുക അപ്പം അമ്പത് നാൽപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് എന്നും പറഞ്ഞ് നേരെ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ വേണം അത് എടുത്ത് ഇതുപോലെ കോളം വരച്ച് താഴേക്ക് എടുത്ത് എഴുതാൻ അപ്പൊ നിങ്ങൾ ഇനിഷ്യൽ കണ്ടീഷൻ എന്ന് പറഞ്ഞ് എടുത്തെഴുതും ഫൈനൽ കണ്ടീഷൻ എന്ന് പറഞ്ഞ് എടുത്തെഴുതും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് എഴുതും difference between condition two and one two ടൂവിൽ നിന്ന് വണ്ണ് കുറയ്ക്കുന്നതിന് കാരണം രണ്ടാമത്തേതിന് നമ്മൾ എന്ത് കൊടുത്തിരുന്നു അവർക്കൊരു ലിറ്ററേച്ചർ വായിക്കാൻ കൊടുത്തിരുന്നു അത് കഴിഞ്ഞപ്പോൾ അവർക്ക് അവരുടെ ആറ്റിറ്റ്യൂഡിൽ ഇമ്പ്രൂവ്മെന്റ് വന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ടൂവിൽ നിന്ന് വൺ കുറച്ചു ആ കുറച്ചതിനെ എല്ലാത്തിനെയും കൂടെ നമ്മൾ എന്ത് ഡിഫറൻസ് ആണല്ലോ സിഗ്മ ഡി ആണ് അപ്പൊ അത് എത്രയുണ്ട് ഡിഫറൻസ് എല്ലാം കൂടെ എളുപ്പത്തിൽ പറഞ്ഞു പോവുകയാണെ നയൻറ്റി സിക്സ് ആണ് കിട്ടിയിരിക്കുന്നത് ഈ നയൻറ്റി സിക്സിന് ടോട്ടൽ എണ്ണം എത്രയുണ്ട് എത്ര പേരായിരുന്നു പന്ത്രണ്ട് പേരായിരുന്നു അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് മീൻ കിട്ടും കിട്ടിയോ മീന് തൊണ്ണൂറ്റാറിനെ പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താല് എത്രയാ കിട്ടുന്നേ കറക്റ്റ് തന്നെയല്ലേ അതെ നിങ്ങൾ പിന്നെ മിണ്ടില്ലാത്ത കാരണം കുഴപ്പമില്ല എട്ട് ഇനി എന്താ ചെയ്യേണ്ടത് ഈ ഡിഫറൻസ് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം മീൻ കുറയ്ക്കണം ഡിഫറൻസിൽ നിന്ന് മീൻ കുറയ്ക്കണം അതായത് ഡിഫറൻസ് പന്ത്രണ്ടായിരുന്നു പന്ത്രണ്ടിൽ നിന്ന് എട്ട് കുറച്ചാൽ നമുക്ക് എത്ര കിട്ടണം നാല് കിട്ടണം അങ്ങനെ ഓരോന്നിൽ നിന്നും എട്ട് കുറയ്ക്കുകയാണ് മൈനസ് പന്ത്രണ്ട് ആദ്യത്തേത് പന്ത്രണ്ടിൽ നിന്നാണ് എട്ട് കുറച്ച് നിങ്ങളുടെ അറ്റൻഡൻസ് ഫില്ല് ചെയ്തു കേട്ടോ പന്ത്രണ്ടിൽ നിന്ന് എട്ട് കുറച്ചു മൈനസ് ടൂയിൽ നിന്ന് എട്ട് കുറച്ചു മൈനസ് ഫൈവിൽ നിന്ന് അങ്ങനെ ഓരോന്നിൽ നിന്നും എന്ത് കുറച്ച് കൊണ്ടുവന്നു മീൻ കുറച്ച് കൊണ്ടുവന്നു ഇനി ആ മീൻ കുറച്ച് കൊണ്ടുവന്നതിന്റെ സ്ക്വയർ എടുക്കണം മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എന്നിട്ട് നമ്മൾ സിഗ്മ എക്സ് സ്ക്വയർ കണ്ടു മുന്നൂറ്റി നാല് ഇത്രയും കോളങ്ങൾ മനസ്സിലായല്ലോ ഇനി ഇനി നോക്കിക്കോളൂ ഫോർമുല നമുക്ക് തന്നിട്ടുണ്ട് എന്തിന്റെയാണ് ഡിഫറൻസ് മെത്തേഡിൻ്റെതേ എസ് ഡി ഡി എന്നാണ് തന്നിരിക്കുന്നത് S D D is equal to square root of sigma X square by N minus one ആണ് കൊടുത്തിരിക്കുന്നത് സിഗ്മ എക്സ് സ്ക്വയർ നമുക്ക് മോള് കിട്ടിയിട്ടുണ്ട് മുന്നൂറ്റി അമ്പത്തി നാല് divided by N minus one പന്ത്രണ്ടിൽ നിന്ന് ഒന്ന് കുറച്ചു അതായത് പതിനൊന്ന് അപ്പൊ നമുക്ക് എത്ര കിട്ടി ഒന്ന് ചെയ്ത് നോക്കിയേ സ്ക്വയർ റൂട്ട് ഓഫ് മുന്നൂറ്റി അമ്പത്തിനാലിനെ പതിനൊന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്തുകൂടെ നോക്കൂ കേട്ടോ ഡിവൈഡഡ് ബൈ പതിനൊന്ന് ശരി മുന്നൂറ്റി അമ്പത്തിനാലിനെ ഡിവൈഡഡ് ബൈ പതിനൊന്ന് എന്ന് പറയുമ്പോൾ എത്ര കിട്ടും thirty two point one eight thirty two point one eight അതിന്റെ സ്ക്വയർ റൂട്ട് ശരിയാണോ നോക്കിയേ സ്ക്വയർ റൂട്ടും ശരിയാണോ നോക്കിയേ അഞ്ച് പോയിന്റ് ആറ് ഏഴ് ഇൻറ്റു അഞ്ച് പോയിന്റ് ആറ് ഏഴ് എന്ന് കൊടുത്താൽ മതി yes thirty two point one four correct ആണേ അത്രയും കറക്റ്റ് ആയിട്ട് കിട്ടി ഇനി അടുത്തത് നോക്കൂ എസ് സി എം ഡി ആണ് അടുത്തത് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് വന്നിട്ട് is equal to S D D divided by square root of N എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പം എസ് നമുക്ക് കിട്ടിയായിരുന്നു നേരത്തെ എസ് ഡി ഡി അല്ലേ എസ് ഡി ഡി കിട്ടിയിരുന്നു എസ് ഡി ഡി കിട്ടിയത് അഞ്ച് പോയിന്റ് ആറ് ഏഴാണ് അതിനെ ഡിവൈഡഡ് ബൈ എൻ എൻ എന്ന് പറയുന്നത് ട്വൽവ് ആണ് സ്ക്വയർ റൂട്ട് ഓഫ് എൻ എത്രയാ പന്ത്രണ്ടിനെ സ്ക്വയർ റൂട്ട് ചെയ്താല് three point four six correct ആണോ മോളെ നോക്കിയില്ല നോക്കാം കറക്റ്റ് ആയിരിക്കും എത്രയെന്ന് പറഞ്ഞേ three point four six four six four six eleven point nine seven അല്ലേ three point four six okay five point six seven divided by three point four six ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ചെയ്തേ ചെയ്തേ ഫൈവ് പോയിന്റ് ശരിയാണോ six seven divided by three point four six okay one point six four okay correct ഇനി എന്താ കാണാൻ തന്നിരിക്കുന്നത് ടി ആണ് കാണാൻ തന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പം M D minus zero divided by S C M D M D എത്രയായിരുന്നു നമുക്ക് കിട്ടിയത് എം ഡി നമുക്ക് എവിടെയാ കിട്ടിയിരിക്കുന്നേ പറഞ്ഞേ എം ഡി വരെ ഇവിടുന്ന് എടുത്ത് എഴുതിയെന്ന് നമുക്ക് അറിയണ്ടേ ഇതിനകത്ത് എവിടെയാ ഉള്ളത് mean mean okay mm-hmm. minus zero okay mean deviation ആണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ എയ്റ്റ് എം ഡി കിട്ടിയിട്ടുണ്ട് എയ്റ്റ് കിട്ടിയിട്ടുണ്ട് മീൻ ഡീവിയേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത് minus zero divided by S C M D eight minus zero eight minus divided by one point six four 8 divided by 1.64 എത്ര ആൻസർ 4.88 കറക്റ്റ് നിങ്ങൾ ആ ഒപ്പം ചെയ്ത് നോക്കണേ എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഈക്വലന്റ് ഗ്രൂപ്പ്സ് ഒക്കെയാ കൊടുത്തിരിക്കുന്നത് ചെയ്ത് നോക്കാം അല്ലേ ഇനി എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും കൺട്രോൾ ഗ്രൂപ്പും നമുക്ക് തന്നിട്ടുണ്ട് അതിന്റെ അടുത്ത പേജിൽ പേജ് നമ്പർ ഫിഫ്റ്റി സിക്സില് അറിയാമായിരിക്കും എക്സ്പെരിമെന്റ് ഗ്രൂപ്പ് എന്താണെന്നും കൺട്രോൾ ഗ്രൂപ്പ് എന്താണെന്നുവേ നമ്പർ ഓഫ് ഇല്ലേ നമ്മൾ ഏതിനെയാണോ നമ്മൾ തെറാപ്പി കൊടുത്ത് മാറ്റാൻ ഉദ്ദേശിക്കുന്നത് ആ ഗ്രൂപ്പാണ് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് ആ ഗ്രൂപ്പ് നമുക്ക് തന്നിട്ടുണ്ട് സെവൻറ്റി ടു ഉണ്ട് കൺട്രോൾ ഗ്രൂപ്പും സെവൻറ്റി ടു ഉണ്ട് മീനും തന്നിട്ടുണ്ട് ഫൈനൽ ടെസ്റ്റിൻ്റെത് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിൽ എയ്റ്റി എയ്റ്റ് പോയിന്റ് സിക്സ്റ്റി ത്രീയും കൺട്രോൾ ഗ്രൂപ്പിൽ എയ്റ്റി ത്രീ പോയിന്റ് ടു ഫോറും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ട് എററും തന്നിട്ടുണ്ട് നമുക്ക് കോറിലേഷനും തന്നിട്ടുണ്ട് ഇനി നമ്മളോട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് നമുക്ക് ഫോർമുല ഏതാണെന്ന് മാത്രം ഒന്ന് നോക്കിക്കോളൂ formula for calculation of standard error of difference between mean is page number fifty സിക്സിൽ നോക്കേ standard error of difference between മീനെ അതിന് കൊടുത്തിരിക്കുന്നത് കണ്ടോ എസ് സി ഡി അല്ലെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത് സ്റ്റാൻഡേർഡ് എറർ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് ദെൻ അതിനിവിടെ കൊടുത്തിരിക്കുന്ന ഫോർമുലയും ഉണ്ട് എം വൺ അല്ലെ സ്റ്റാൻഡേർഡ് എററിന്റെ M one whole square M one whole square എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് എറർ ഓഫ് മീൻ വണ്ണിന്റെ ആണ് standard error of mean one then minus two R into വീണ്ടും അത് തന്നെ കൊടുത്തിട്ടുണ്ട് കാണുന്നുണ്ടോ എവിടെയാ കൊടുത്തിരിക്കുന്നതെന്ന് പേജ് നമ്പർ ഫിഫ്റ്റി സിക്സില് ഫോർമുല കൊടുത്തിട്ടുണ്ട് ആ എന്നിട്ട് ആ ഫോർമുല ഡിവൈഡ് ചെയ്ത് ആർ എന്താന്നും പറഞ്ഞിട്ടുണ്ട് കോറിലേഷൻ ബിറ്റ്വീൻ ടു ഗ്രൂപ്പ് കോഴ്സ് ടീയുടെ ഇനി നമ്മളോട് ചെയ്യാൻ പറയുകയാണ് നമുക്കെല്ലാം തന്നിട്ട് നമ്മളോട് ചെയ്യാൻ പറയുകയാണ് എസ് സി ഡി ഓർ എന്താ പറഞ്ഞിരിക്കുന്നത് എറർ ഓഫ് ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ട് മീനിന്റെ ഡീവിയേഷന്റെ അത് നോക്കൂ ടു പോയിന്റ് എയ്റ്റ് നയൻ എവിടുന്ന കിട്ടിയെന്ന് നോക്കിയാൽ two point eight nine standard error of the mean of final ടെസ്റ്റിന്റെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് കിട്ടി അപ്പൊ അതിന്റെ ഹോൾ സ്ക്വയർ എടുത്തു plus two point five seven control ഗ്രൂപ്പിൻ്റെത് ആദ്യം നമ്മൾ എക്സ്പെരിമെന്റ് ഗ്രൂപ്പിന്റെ എടുത്തു രണ്ടാമത്തത് കൺട്രോൾ ഗ്രൂപ്പിന്റെ എടുത്തു ദെൻ മൈനസ് ടു ആർ അല്ലെ ടു ആർ ഇൻറ്റു കാണുന്നുണ്ടോ എത്രയാ തന്നിരിക്കുന്നതെന്ന് നോക്കിയേ two into point six five point six five two into point six five into പിന്നെ എവിടുന്ന എടുത്തിരിക്കുന്ന പറഞ്ഞേ പോയിന്റ് ഇതൊക്കെ എവിടുന്ന എടുത്തിരിക്കുന്നത് പറഞ്ഞു പിന്നത്തേത് ഏത് ഗ്രൂപ്പിൽ നിന്ന് എടുത്തിരിക്കുന്നത് ആ സ്റ്റാൻഡേർഡ് ആറ് two point eight nine into ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ടു പോയിന്റ് ഫൈവ് സെവനും അല്ലേ കൺട്രോൾ ഗ്രൂപ്പിന്റെ ടു പോയിന്റ് ഫൈവ് സെവനും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ കാൽക്കുലേഷൻ ഒന്ന് ചെയ്ത് നോക്കിയേ two point nine whole square എത്രയാ കിട്ടിയ പറഞ്ഞേ two point eight nine whole square എത്രയാ പറയണേ equal to two point eight nine whole square എത്രയാ eight point three five 8.35 plus, uh, 2.57 all square two point five seven all square. Six point six. Six. Six zero. Six point six zero. 6.60. Okay. Then minus 2 into 6, 5 എത്രയാ? 2 into 0.65 എല്ലാം ഇൻറ്റു ചെയ്യുവാണത് ഒന്ന് ഇൻറ്റു ചെയ്തേ കറക്റ്റ് ആണോ നോക്കാമല്ലോ two into point six five one point വീണ്ടും വൺ പോയിന്റ് ത്രീ അല്ലേ വൺ പോയിന്റ് ത്രീ പിന്നെ into two point eight nine into two point five seven എത്ര എഴുതിയ seven point four two okay നമുക്ക് കിട്ടുന്ന കറക്റ്റ് ആണോന്ന് അറിയണ്ടേ ഇനിയുണ്ട് എയ്റ്റ് പോയിന്റ് ത്രീ ഫൈവ് ഒന്നോടെ ഒന്നോടെ ബാക്കി ചെയ്ത് eight point three five plus six point six zero fourteen point nine five minus six point eleven അല്ലല്ലോ കിട്ടിയതാണോ ചെയ്യുന്നുണ്ടോ കൂടെ കഴിഞ്ഞില്ല കഴിയുമ്പോ പറയണേ അത്രേ കിട്ടുന്നേ ഫൈവ് പോയിന്റ് ടു നയൺ എന്നാണോ മാം എത്ര കിട്ടിയ ഫൈവ് പോയിന്റ് ടു നയൺ നോക്കട്ടെ ഫൈവ് പോയിന്റ് ആ ടു നയനോ എനിക്ക് കിട്ടിയത് ത്രീ വൺ ആയിരുന്നു കിട്ടിയത് ഫൈവ് പോയിന്റ് ആണ് കിട്ടുന്നത് ഇനി ടി ഒന്ന് കണ്ട് ടിയുടെ ഫോർമുല ഒന്നും ഇവിടെ എഴുതിയിട്ടില്ലല്ലേ ഫോർമുല എഴുതി ചെയ്യാം സിക്സ് പോയിന്റ് വൺ വണ്ണിന് സ്ഥാനത്ത് ഫൈവ് പോയിന്റ് ത്രീ വൺ വരും ചെയ്യുന്നുണ്ടോ മക്കളോ അതെ വെറുതെ ഇരിക്കുകയാണോ മെയിൻ സ്കോർ ഫൈനൽ ടെസ്റ്റിന്റെ നമ്മുടെ കയ്യിലുണ്ട് അതിൽ നിന്ന് minus zero divided by five point three one five point three zero എന്തോ ഫൈവ് പോയിന്റ് ത്രീ ആണ് വരുന്നത് five point nine nine minus zero minus എത്രയാ കിട്ടിയ point zero nine point zero nine കിട്ടിയോ എനിക്ക് സീറോ കിട്ടിയത് ഞാനൊന്ന് പറയട്ടെ five point nine nine minus ആണോ കറക്റ്റ് ആണോ five point nine nine minus ആണോ eighty eight point six three minus eighty three point two four five point nine nine ആ minus five point three zero ആ ഓക്കെ എനിക്ക് ത്രീ വൺ ആയിരുന്നു അതുകൊണ്ടാണ് സീറോ പോയിന്റ് സീറോ ഡേറ്റ് വന്നു കറക്റ്റ് പിന്നെ ഡി എഫ് രണ്ടിനും സെവൻറ്റി ടു ആണ് അപ്പൊ seventy two minus one seventy one ഇനി table three six result of academic and technical ഗ്രൂപ്പിന്റെ കൊടുത്തിട്ടുണ്ട് എത്ര അതിന് മുകളിൽ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പ് മാച്ചിൽ മീനാണ് തന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡിവിഷന്റെ മാഡം ഒരു മിസ്റ്റേക്ക് അത് ആദ്യത്തേത് ഫൈവ് പോയിന്റ് ത്രീ നയൻ ആയിരുന്നു മാഡം പറഞ്ഞു ഫൈവ് പോയിന്റ് നയൻ ആണ് അതാണ് ഇനി ഇവര് ഇവര് ചെയ്തിട്ട് മൈനസ് ഫൈവ് oh കിട്ടും eight point six three minus eight point two four അല്ലേ സീറോ പോയിന്റ് സീറോ എയ്റ്റ് അല്ലെങ്കിൽ അല്ലേ സീറോ നയനോ അങ്ങനെ എന്തെങ്കിലും കിട്ടും എയ്റ്റ് എയ്റ്റ് അല്ല കിട്ടുന്നത് എയ്റ്റി ആദ്യം ഇത് five point three nine minus അല്ല വരുന്നത് nine minus five point three zero അല്ല വരുന്നത് ആ എത്ര എത്ര അറിയില്ല ഇങ്ങനെ വന്നതല്ല നമുക്കറിയാലോ നമ്മൾ ചെയ്യുമ്പോ എനിക്ക് zero point point zero nine ആയിട്ട് ആ കറക്റ്റ് ആണ് സീറോ ഒരു ഒരു പോയിന്റിന് വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വന്നാൽ കുഴപ്പമില്ല അടുത്ത് നോക്കിയോളൂ ഫിഫ്റ്റി എയ്റ്റ് സ്റ്റുഡൻസിനെ തന്നിരിക്കുന്നത് fifty eight students of academic college and seventy two students of technical college രണ്ട് കോളേജിലെ രണ്ട് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ തന്നിട്ടുണ്ട് matched for mean and standard deviation നേരത്തെ ഒരേപോലത്തെ കുട്ടികൾ ഒരേ ആൾ അതായിരുന്നു കുട്ടികളെത്തുന്നത് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും കൺട്രോൾ ഗ്രൂപ്പും ഒരുപോലെയായിരുന്നു ഇപ്പം ഫിഫ്റ്റി എയ്റ്റും സെവൻറ്റി ടു ആണ് കേട്ടോ അപ്പൊ എന്താണ് ഗ്രൂപ്പ്സ് മാച്ച്ഡ് അല്ലല്ലോ groups matched for mean and send ഡിവിഷനാണ് കൊടുത്തേക്കുന്നെങ്കിലും മാച്ച്ഡ് ഗ്രൂപ്പ്സ് അക്കാഡമിക്കിലും ആണ് okay then mean of on intelligence G test ആണ് വൈ നൂറ്റി രണ്ടും പോയിന്റ് അഞ്ച് പൂജ്യവും നൂറ്റി രണ്ട് പോയിന്റ് എയ്റ്റ് സീറോയും S B on intelligence test Y standard ഡിവിയേഷനെ മുപ്പത്തി മൂന്ന് പോയിന്റ് ആറ് അഞ്ചും മുപ്പത്തി ഒന്ന് പോയിന്റ് ആറ് രണ്ടും മീൻ ഓഫ് മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് അതിന് എക്സ് എന്ന് കൊടുത്ത് ഫോർട്ടി എയ്റ്റ് പോയിന്റ് ഫൈവ് ടുവും ഫിഫ്റ്റി ത്രീ പോയിന്റ് ഫൈവ് വണ്ണും ഇത് തന്നിരിക്കുന്ന കാൽക്കുലേഷൻ നോക്കണേ വലിയ എക്സ് ഉണ്ട് വൈ ഉണ്ട് പിന്നെ standard deviation on mechanical aptitude അത് മെക്സ് ആണ് ടെൻ പോയിന്റ് സിക്സ് സീറോയും ഫിഫ്റ്റീൻ പോയിന്റ് ത്രീ സിക്സും ആർ ടു തന്നിട്ടുണ്ട് പോയിന്റ് ഫൈവ് സീറോയും എന്നിട്ട് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാം നമുക്ക് തന്നിട്ടുണ്ട് തന്നതിന് ശേഷമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് terms of mean and standard deviation ആണ് ഫോർമുലയാണ് തന്നിരിക്കുന്നത് ടി ടെസ്റ്റ് കാണാൻ വേണ്ടിയിട്ടുള്ളത് സ്റ്റാൻഡേർഡ് എറർ ഡിഫറൻസ് തന്നിട്ടുണ്ട് നമുക്ക് ഡിഫറൻസ് ആദ്യം കാണണം സ്റ്റാൻഡേർഡ് എറർ ഡിഫറൻസ് കാണണം അതിന് നമ്മൾ എം വൺ ഓൾ സ്ക്വയർ ഒന്ന് നോക്കിയേ എം വൺ എത്രയാണ് തന്നിരിക്കുന്നതെന്ന് തന്നിട്ടുണ്ടോ നമുക്ക് yes S D on mechanical aptitude X അവിടെയാണ് തന്നിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി എടുക്കണ്ടേ ഇതാ തന്നിരിക്കുന്നതെന്ന് divided by N one N one എത്രയായിരുന്നു ഫിഫ്റ്റി എയ്റ്റ് സ്റ്റുഡൻസ് രണ്ടാമത്തേതിനകത്ത് മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡില് എത്രയാ കിട്ടിയിരിക്കുന്നത് പതിനഞ്ച് പോയിന്റ് മൂന്ന് ആറാണ് ഇതിനകത്ത് മൂന്ന് അഞ്ചെന്ന് കൊടുത്തിട്ടുണ്ട് കാണുന്നുണ്ടോ ആ മൂന്ന് ആറാണ് മൂന്ന് ആറ് whole square divided by seventy two ആയിരുന്നു അവരുടെ number then one minus R square R two one minus R square എന്നാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് ആർ ടു എന്നും കൊടുത്തിട്ടുണ്ട് തെറ്റിച്ചിട്ടുണ്ടല്ലോ വൺ മൈനസ് ആർ ടു എത്രയാണ് പോയിന്റ് ഫിഫ്റ്റീൻ അല്ല അതിൽ കൊടുത്ത് ആ ഫിഫ്റ്റീൻ ആണ് കൊടുത്തിരിക്കുന്നത് ഫിഫ്റ്റിയെ ഡിവൈഡ് ചെയ്ത് കൊടുത്തൊന്നും അല്ലല്ലോ ഓരോരുത്തരുടേതുമായിട്ടല്ല point five zero point two five കൊടുത്തു നേരെ അത് രണ്ടെണ്ണത്തിനും പോയിന്റ് ടു ഫൈവ് വെച്ചായിരിക്കും അല്ലെ തെറ്റി തെറ്റിപ്പോയതായിരിക്കും ഏതായാലും നമുക്ക് പോയിന്റ് ഫൈവ് സീറോ എഴുതാം അല്ലേ അതല്ലേ നമുക്ക് തന്നിരിക്കുന്നേ ആ five zero point five zero five സീറോന്റെ സ്ക്വയർ എടുത്തതാവും അത് പോയിന്റ് ടു ഫൈവ് എന്നുള്ളത് സ്ക്വയർ സ്ക്വയർ എടുത്തതാണ് ഓക്കെ ഓക്കെ ആ സ്ക്വയർ എടുത്തതാണ് point two five okay okay ശരിയാണ് ഓയ് എന്റെ മാധവേ ആർ സ്ക്വയർ എടുത്തതാണ് പോയിന്റ് ടു ഫൈവ് ഓക്കെ ചെയ്ത് നോക്കിയാൽ കറക്റ്റ് കിട്ടുന്നുണ്ടെന്ന് പത്ത് പോയിന്റ് അറുപത് ആറ് പൂജ്യം സ്ക്വയർ എത്രയാ കിട്ടിയ പറഞ്ഞു പോണേ നൂറ്റി പന്ത്രണ്ട് പോയിന്റ് ത്രീ സിക്സ് നൂറ്റി പന്ത്രണ്ട് പോയിന്റ് ഒരു സെക്കൻഡ് ഞാൻ നോക്കുന്നുണ്ട് പത്ത് പോയിന്റ് ആറ് പൂജ്യം സ്ക്വയർ six then divided by fifty eight plus പതിനഞ്ച് പോയിന്റ് പതിനഞ്ച് പോയിന്റ് ത്രീ ഫൈവ് മുപ്പത്തി അഞ്ച് and divided by 72. കറക്റ്റാണോ നമ്മൾ ചെയ്യുന്ന എവിടെയും മാറി പോയായിരുന്നോ മുപ്പത്തി ആറായിരുന്നു അല്ലേ നൂറ്റി പന്ത്രണ്ട് point three six divided by fifty eight എത്രയാ വൺ പോയിന്റ് പറഞ്ഞോളൂ പറഞ്ഞോളൂ അതിനിടയ്ക്ക് വിട്ടതാണ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് point nine two divided by seven two ഇല്ലേ ഒന്ന് പറഞ്ഞേ എന്ത് പറ്റി three point two seven seven two അല്ല seven two three point two seven okay three point two seven കിട്ടിയോ കറക്റ്റ് ആൻസർ എത്ര കിട്ടി four point four five okay four point four five ഇനി അടുത്ത ഫോർമുല ടിയുടെ നോക്കൂ M one minus M two M one എത്രയായിരുന്നു ഫിഫ്റ്റി ത്രീ അല്ലേ യെസ് then m2 അരിത്തമാറ്റിക്കലും ടെക്നിക്കലും അല്ലെ ഫിഫ്റ്റി ത്രീ പോയിന്റ് സിക്സ് വണ്ണും minus forty eight point five two അവരെങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്തതെന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല ഓരോന്ന് രണ്ട് ഓരോന്ന് എടുത്തു എന്നിട്ട് അതിൽ നിന്ന് മൈനസ് ചെയ്തു zero by four point five എത്ര കിട്ടും ആൻസർ എത്ര ആൻസർ പോയിന്റ് തെറ്റിപ്പോയോ ബാക്കിയുള്ളവർക്കോ ഞാൻ ചെയ്തില്ല നോക്കാം അനിൽ എത്ര കിട്ടിയേ പോയോ അല്ലേ മാം അത് five point zero nine divided by four point four six അല്ലേ വൺ പോയിന്റ് ആണോ one point one zero nine minus minus അല്ല മാം ഡിവൈഡഡ് ബൈ മൈനസ് അല്ല അതെന്താ നിങ്ങക്ക് എനിക്ക് വ്യത്യാസമാണല്ലോ കിട്ടിയത് ഫൈവ് പോയിന്റ് സീറോ നയൻ അല്ലേ കിട്ടിയത് ഫസ്റ്റ് അത് കിട്ടി മൈനസ് അതെ അതെ minus four point four five അല്ലേ ആ ഫോർ പോയിന്റ് ഫോർ ഫൈവ് അപ്പൊ എത്ര കിട്ടുന്നേ five point zero nine minus four point four five അപ്പൊ എത്ര കിട്ടി വൺ അല്ലേ കിട്ടി നിങ്ങളൊന്ന് മനസ്സിലെ ഫൈവ് പോയിന്റ് സീറോ നയനിൽ നിന്ന് ഫോർ പോയിന്റ് ഫോർ ഫൈവ് കുറച്ച് കുറക്കാണോ മാം ആണ് ഡിവൈഡ് ചെയ്യില്ലേ zero by four point four five എന്നല്ലേ നമുക്ക് ഉണ്ടായിരുന്നത് മൈനസ് സീറോ സീറോ കുറച്ചു ഓക്കെ ബൈയാ പിന്നെ ആ ഓക്കെ ശരിയാണ് നിങ്ങൾ പറഞ്ഞ ശരിയാണ് അപ്പൊ അപ്പം അവിടെയാണല്ലേ മിസ്റ്റേക്ക് വന്നത് divided by four point four five one point one four അല്ലേ അതെ യെസ് യെസ് കറക്റ്റ് ആണ് കേട്ടോ മറ്റേ മോൾദനാഥം ചെയ്തു വെച്ചിരിക്കുന്നത് കുറച്ചതാണ് അവിടെയാണ് തെറ്റിപ്പോയത് ഇവര് കുറയ്ക്കുക ചെയ്തേ minus zero divided by four point four six എന്ന് പകരം അതും മൈനസ് ചെയ്തു അതുകൊണ്ടാണ് ആ ആൻസർ കിട്ടിയത് one point one four okay ഇനി നോക്കിക്കേ DF N1 minus 1 plus N2 minus 1. ശരിയല്ലേ നമ്മുടേത് എങ്ങനെ കിട്ടിയിരിക്കുന്നത് ഇവരുടേത് സീറോ പോയിന്റ് സിക്സ് ത്രീ ആയിരുന്നു അവർക്ക് കിട്ടിയത് നമുക്ക് കിട്ടിയിരിക്കുന്നത് വൺ പോയിന്റ് വൺ ഫോർ ആയിരുന്നു അപ്പൊ അത് സീറോ പോയിന്റ് ഫൈവിനും പിന്നെ എവിടെയായിരുന്നു എത്രക്കുള്ളിൽ വരണം എന്നായിരുന്നു നമ്മളോട് പറഞ്ഞിരുന്നത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് പറഞ്ഞേ zero point zero five and zero point zero one zero point zero ഫൈവിനും then zero point zero one അല്ലേ നമ്മുടെ എവിടെയാ വന്നിരിക്കുന്നത് വൺ പോയിന്റ് വൺ ഫോർ ആണ് വന്നിരിക്കുന്നത് അപ്പോഴോ എന്താ ആൻസർ കിട്ടിയത് പറയടോ അപ്പൊ ഡിഫറൻസ് ഉണ്ട് നമുക്ക് ഡിഫറൻസ് ഉണ്ടോ ഇവിടെ not differ in mechanical aptitude എന്ന് വന്നു പക്ഷെ നമുക്കുണ്ടല്ലോ ഡിഫറൻസ് വന്നിട്ടുണ്ട് നമുക്ക് അല്ലേ we may say that two clothes have different mechanical aptitude എന്നാണ് നമുക്ക് വന്നിരിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ തന്നിട്ടുണ്ട് ചെക്ക് യുവർ പ്രോഗ്രസ് തേർഡ് നാളെ ഒന്ന് ചെയ്തിട്ട് വരാമോ ഇത് ആൻസർ മാത്രം പുറകെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ടെസ്റ്റ് ചെയ്യാനാണ് കേട്ടോ procedure the scores are given below test the hypothesis there is no change change ഒന്നുമില്ല ബിഫോറും ആഫ്റ്ററും ഏത് ടെസ്റ്റ് പോലെയാ ചെയ്യേണ്ടതെന്ന് നോക്കട്ടെ പേജ് നമ്പർ ഫിഫ്റ്റി ഫൈവിലെ പോലെ ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടത് പേജ് നമ്പർ ഫിഫ്റ്റി ഫൈവിൽ കൊടുത്തിരിക്കുന്നുണ്ടോ അതിന്റെ ക്വസ്റ്റാണ് ബിഫോറും ആഫ്റ്ററും നമുക്ക് തന്നിട്ടുണ്ട് അതായത് ഫസ്റ്റ് കണ്ടീഷനും ഫൈനൽ കണ്ടീഷനും തന്നതുപോലെ ബിഫോറും ആഫ്റ്ററും മാത്രം തന്നിട്ടുണ്ട് കണ്ടോ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്നിട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നാളെ ഒന്ന് ചെയ്തിട്ട് വരാവോ നമുക്ക് ക്ലാസ്സിൽ എന്നിട്ട് ഡിസ്കസ് ചെയ്യാം ചെയ്തിട്ട് വരണേ ഞാൻ ചെയ്ത് നോക്കാം ആൻസർ പക്ഷെ പുറകിലൂടെ കൊടുത്തിട്ടുണ്ട് ടി വാല്യൂ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ലെവലും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആൻസർ മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യണ്ടേ ആൻസർ കറക്റ്റ് ആയിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഇനി നമുക്ക് ഒരു അനോവയും കൂടെ ചെയ്ത് നോക്കാം സമയമുണ്ടല്ലോ അനോവ ചെയ്ത് നോക്കാം പേജ് നമ്പർ സിക്സ്റ്റി സെവനില് നമുക്ക് അനോവ അനോവ പത്ത് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വൺ വേ അനോവയുടെ ഒരു എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട് അതിനകത്ത് നമുക്ക് തന്നിരിക്കുന്നത് ഇതിനകത്ത് സീരിയൽ നമ്പർ തരും നമുക്ക് സീരിയൽ നമ്പർ തന്നിട്ടുണ്ടാവും അതുപോലെ എന്താ തരുന്നേ അതിലെന്തൊക്കെ സ്കോറുകളാണ് നമുക്ക് തന്നിരിക്കുന്നത് മൂന്നെണ്ണത്തിന്റെ സ്കോറാണ് എസ് സി എസ് തന്നിട്ടുണ്ട് നോക്കാം നോക്കാൻ തന്നെ researcher was interested in studying achievement motivation students belong to low middle and high socio economic status അതാണ് S C S socio economic സ്റ്റാറ്റസിന്റെ മൂന്ന് റേഞ്ചിലുള്ളതാണ് അയാൾ പഠിക്കുന്നത് researcher wanted to find out the effect of socio economic status on self concept of students പിന്നെ സെൽഫ് കോൺസെപ്റ്റ് സെൽഫ് കോൺസെപ്റ്റും കൂടെ വന്നു കേട്ടോ അപ്പൊ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ വന്നു സെൽഫ് കോൺസെപ്റ്റ് വന്നു അത് തന്നിരിക്കുന്നത് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിലെ ലോയും മിഡിലും ഹൈയും അപ്പൊ മൂന്ന് വേരിയബിൾസ് അത് വന്നു പിന്നെ ഒന്ന് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ വന്നു ഒന്ന് സെൽഫ് കോൺസെപ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസും വന്നേ then in this case the independent variable is S C S independent ആയിട്ടുള്ളത് ഈ മൂന്നെണ്ണം മൂന്നെണ്ണം ഉണ്ട് അത് ത്രീ കാറ്റഗറീസ് ആണ് independent depend variable self concept ആണ് പറയണോ മനസ്സിലാവുന്നുണ്ടോ ഉണ്ടെങ്കിലേ ഉള്ളെന്ന് പറയാവുള്ളൂ നമ്മളോട് പറഞ്ഞിരുന്നു ഒന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എങ്ങനെയായിരുന്നു ടി ടെസ്റ്റ് ചെയ്തപ്പോ പറഞ്ഞ സ്റ്റാർട്ടിങ്ങില് test difference of mean in two ഗ്രൂപ്പ്സിന്റെ ആണ് നമ്മൾ കണ്ടത് രണ്ടിൽ കൂടുതൽ ഗ്രൂപ്പിനെ വന്നാൽ നമ്മൾ അനോവയാണ് ചെയ്യുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഗ്രൂപ്പിന്റെ ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എഴുതി വെക്കുക കേട്ടോ ടി ടെസ്റ്റ് ആണ് ചെയ്യേണ്ടത് നിങ്ങൾ മുന്നോട്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ടി ടെസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ രണ്ട് ഗ്രൂപ്പേ ഉള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ ടി ടെസ്റ്റ് ചെയ്തത് ഇത് രണ്ടിൽ കൂടുതൽ ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം അനോവ ചെയ്യണം കിട്ടിയോ പറഞ്ഞത് അപ്പൊ നമുക്ക് ഇവിടെ അനോവയാണ് ചെയ്യേണ്ടത് രണ്ടിൽ കൂടുതൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിന്റെ ലോ ഗ്രൂപ്പും മിഡിൽ ഗ്രൂപ്പും ഹൈ ഗ്രൂപ്പ് ഇങ്ങനെ മൂന്ന് ഗ്രൂപ്പിനെ എടുത്തു ഒരു റിസർച്ചർ അപ്പം ആ മൂന്ന് ഗ്രൂപ്പും ഇന്ത്യ ആരെയും ആശ്രയിച്ച് നിൽക്കുന്നതല്ല ഈ എക്കണോമിക് സ്റ്റാറ്റസ് അവരുടേത് അവർക്കുള്ളതാണ് അവരിൽ തന്നെ ഉള്ളതാണ് അപ്പൊ അവർ നിൽക്കുന്നു ഈ എക്കണോമിക് സ്റ്റാറ്റസ് അവരുടെ സെൽഫ് കോൺഫിഡൻസിനെ ബാധിക്കുന്നു അപ്പൊ അത് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ് ഈ ലോ ലോ അല്ലെങ്കിൽ ഹൈ അല്ലെങ്കിൽ മിഡിൽ എക്കണോമിക് സ്റ്റാറ്റസ് അവരുടെ സെൽഫ് കോൺസെപ്റ്റിനെ ബാധിക്കുന്നു ഈ അത് എങ്ങനെയാണ് ഡിപ്പെൻഡന്റ് ആണ് അപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ട് മൂന്ന് വേരിയബിൾ ഉണ്ട് ഡിപ്പെൻഡന്റ് ആയിട്ടും ഉണ്ട് കിട്ടിയോ മറുപടി പറഞ്ഞു dependent variable self concept that is continuous in nature അത് കണ്ടിന്യൂസ് തന്നെയാണ് എക്കണോമിക് ലെവലിനനുസരിച്ച് ഇവരുടെ സെൽഫ് കോൺസെപ്റ്റ് കൂടാം കുറയാം അപ്പൊ അങ്ങനെ നിൽക്കുന്നു കേട്ടോ അത് കണ്ടിന്യൂസ് വരുമ്പോൾ ആണ് here is not possible for the researcher to carry out test there are more than two categories in this case one way ANOVA can be used find out the effect of independent variable on dependent variable ഈ ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് അനോവയാണ് ചെയ്യേണ്ടത് ഓക്കെ ക്വസ്റ്റ്യൻ മനസ്സിലായോ മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറയാനുള്ളേ ക്വസ്റ്റ്യൻ മനസ്സിലായോ മക്കളെ ആ നമ്മൾ മൂന്ന് എക്കണോമിക് സോഷ്യോ എക്കണോമിക് ഗ്രൂപ്പിനെയാണ് എടുത്തത് സോഷ്യലും ഉണ്ട് സോഷ്യൽ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ആണ് മൂന്ന് ഗ്രൂപ്പിന്റെ അതിൽ ഒന്ന് ലോ ലെവലിലുള്ളത് ഒന്ന് മിഡിൽ ലെവലിൽ ഒന്ന് ഹൈ ലെവലിൽ അപ്പൊ ഈ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഒരു വ്യക്തിയുടെ സെൽഫ് എസ്റ്റീമിനെ അല്ലെ സെൽഫ് കോൺസെപ്റ്റിനെ ബാധിക്കുന്നുണ്ട് അത് തമ്മിൽ റിലേറ്റഡ് ആണ് അതുകൊണ്ട് അത് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ് ഒന്ന് ഒന്നിനെ ആശ്രയിച്ച് നിൽക്കുന്നതിനെ നമ്മൾ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നു പക്ഷെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് അത് അങ്ങനെ തന്നെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുകയാണ് അതുകൊണ്ട് അത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ് അപ്പൊ മൂന്ന് ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ വെച്ച് ഗ്രൂപ്പ് എടുക്കും ഓക്കെ അപ്പം ആദ്യത്തെ group X one middle group X two then അങ്ങനെ എടുത്തിരിക്കുകയാണ് ഓരോന്നിനും എത്ര ഉണ്ടെന്നുള്ളതുകൊണ്ട് ഒന്നാമത്തേത് ലോ സെൽഫ് എക്സ്റ്റീവില് എക്സ് വണ്ണിൽ രണ്ട് അങ്ങനെ എടുത്ത് രണ്ട് രണ്ട് വെച്ച് എടുത്ത് രണ്ടാമത്തേതിൽ മൂന്ന് നാല് മൂന്ന് എന്നുള്ളത് അപ്പൊ ടോട്ടലും വരുന്നുണ്ട് കേട്ടോ ഇത്ര എണ്ണം ഉണ്ടെന്ന് മീൻ കാണാൻ വേണ്ടിയിട്ട് നമുക്കറിയാം പത്തെണ്ണം ആണെങ്കിൽ പത്തുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുന്നതെന്ന് കറക്റ്റായിട്ട് അറിയാം ശരിയല്ലേ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല പത്ത് നമ്പേഴ്സ് ആണ് കിട്ടിയോ ഇല്ല എണ്ണം പത്താണ് അല്ലേ ക്വസ്റ്റിന്റെ നമ്പർ നമുക്ക് പത്ത് എണ്ണമാണ് തന്നിരിക്കുന്നത് ഓരോന്നിലും എത്ര ഉൾക്കൊണ്ടിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ ലോ സെൽഫ് എസ്റ്റീമില് എക്സ് വണ്ണില് ഇത്രയൊക്കെയാണുള്ളത് അപ്പൊ അതിന് ട്വന്റി സിക്സ് ആണ് ടോട്ടൽ വന്നത് അതിനെ ഡിവൈഡഡ് ബൈ പത്ത് എന്ന് പറയുമ്പോൾ ടു പോയിന്റ് സിക്സ് വരും എക്സ് ടൂവിൽ എത്രയുണ്ട് തേർട്ടി എയ്റ്റ് ഉണ്ട് അതിനെ ഡിവൈഡഡ് ബൈ പത്ത് എന്ന് പറയുമ്പോൾ ത്രീ പോയിന്റ് എയ്റ്റ് വരും പിന്നെ വീണ്ടും ട്വന്റി എയ്റ്റ് വന്നു ടു പോയിന്റ് എയ്റ്റ് വന്നു three point eight two point eight അങ്ങനെ വന്നു ഇനി ഓരോ എല്ലാം കൂടെ കൂട്ടിയും എഴുതി കേട്ടോ അത്രേ ചെയ്തിട്ടുള്ളൂ കൂട്ടി അതിന്റെ ഗ്രാൻഡ് ടോട്ടൽ എഴുതി വെച്ചു ഇനി നമ്മളോട് ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല ഇനി നമ്മളോട് പറഞ്ഞു as and seen in table four one four വണ്ണിലേന് mean has been computed for each group എങ്ങനെയാണെന്നുള്ളത് താഴെ കൊടുത്തിട്ടുണ്ട് then step two step one നമുക്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പ് വൺ മീൻ കാണുക എന്നുള്ളതാണ് മീൻ കാണാൻ നമുക്കറിയാം അറിയത്തില്ലേ ഇപ്പൊ ഇവിടെ ടോട്ടൽ പന്ത്രണ്ട് ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ ട്വന്റി സിക്സിനെ പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വന്നേനെ അല്ലേ മീൻ എന്ന് പറയുമ്പോ എണ്ണം കൊണ്ട് നമ്പർ ഓഫ് ഐറ്റംസ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ സ്റ്റെപ്പ് ടു നോക്ക correction time is not to be computed is to be computed the formula correction time C is equal to sigma X square by N X square by N X square എന്ന് പറയുന്നത് ഇരുപത്താറും മുപ്പത്തി എട്ടും ഇരുപത്തി എട്ടും പോലെ കൂട്ടിക്കിട്ടുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് അതായത് നയൻറ്റി ടു അല്ലേ എസ് എന്നെങ്കിലും മോള് sigma X square by N N എത്രയായിരുന്നു പത്തായിരുന്നു അല്ലേ പത്ത് പത്ത് മൂന്ന് പത്താവുമ്പോ ഓരോന്നിലും പത്ത് പത്തായിട്ടും എടുത്തില്ലേ അതാണ് ഇവിടെ എന്നെ മുപ്പതെന്ന് പറഞ്ഞിരിക്കുന്നത് ഓരോന്നിലും പത്ത് പത്ത് പേരുണ്ട് ഇല്ലേ ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിൽ പത്തുണ്ട് മിഡിൽ സ്റ്റാറ്റസിലും ഉണ്ട് ഹൈയിലും ഉണ്ട് പത്ത് അങ്ങനെ മുപ്പതുണ്ട് ആ മുപ്പത് പേരുടെയും കൂടെ ആണ് sigma X square ninety two കിട്ടിയിരിക്കുന്നത് ആ നയൻറ്റി ടു ആണ് കിട്ടിയിരിക്കുന്നത് നയൻറ്റി ടു കിട്ടി ആ നയൻറ്റി ടു ഓൾ സ്ക്വയർ എന്ന് കൊടുത്തിട്ടുണ്ട് സിഗ്മ എക്സ് ഓൾ സ്ക്വയർ എന്നാണ് കൊടുത്തിരിക്കുന്നത് സിഗ്മ എക്സ് എന്ന് പറയുന്നത് ഇരുപത്തി ആറ് മുപ്പത്തെട്ട് ഇരുപത്തെട്ട് ആണോ ഒന്ന് എഴുതി പൊക്കിയിരുന്നാല് sigma X is equal to എന്ന് ആദ്യം എഴുതി പോകും sigma X is equal to ഇരുപത്തി ആറ് പ്ലസ് മുപ്പത്തി എട്ട് പ്ലസ് ഇരുപത്തി എട്ട് അതായത് നയൻറ്റി ടു ദെൻ ഞാൻ പറയുന്ന പോലെ എഴുതി പോകുന്ന കിട്ടും sigma X all square that is equal to ninety two all square ഇനി നമുക്ക് സി കാണേണ്ടത് C is equal to sigma X all square divided by N sigma X all square എത്രയാണ് നയൻറ്റി ടു ഓൾ സ്ക്വയർ എത്രയാണ് കിട്ടിയോ eight തന്നെയാണ് കിട്ടുന്നത് ബൈ എൻ ടോട്ടൽ എത്രയാ പ്ലസ് പത്ത് എൻ ഈസ് ഈക്വൽ ടു പത്ത് പ്ലസ് പത്ത് പ്ലസ് പത്ത് അങ്ങനെ തന്നെ ഓർത്തിരിക്കണേ അപ്പോഴാണ് നമുക്ക് മുപ്പത് കിട്ടിയത് ഇനി അതിനെ മുപ്പത് കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്തേ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കറക്റ്റ് ആണ് അല്ലെ ബുസദിലെ കറക്റ്റ് ആണ് two eighty two point one three correct ആണേ നമുക്ക് അപ്പൊ ഇപ്പൊ കിട്ടിയത് എന്താണ് കറക്ഷൻ ടൈം കിട്ടി അല്ലെ കറക്ഷൻ ടൈം കിട്ടി അതായത് സി കറക്ഷൻ ടൈം കിട്ടി ഇനി step three sum of squares കുറച്ച് ഇതായിട്ട് വരുന്നുണ്ട് കേട്ടോ S S is to be computed വരണേ എസ് എസ് ടി ആണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് അതെങ്ങനെയാണെന്ന് നോക്കിക്കേ അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്തത് വരയ്ക്കേണ്ടി വന്നു നമുക്ക് വരയ്ക്കാതെ നമുക്ക് വേണമെങ്കിൽ ഇപ്പുറത്ത് തന്നെ നമ്മൾക്ക് കോളമാക്കിയിട്ട് നമുക്ക് ചെയ്യാമായിരുന്നു ഓരോന്നിന്റെയും സ്ക്വയർ കാണണം എക്സ് വണ്ണിന്റെ സ്ക്വയർ കാണണം എക്സ് ടുവിന്റെ സ്ക്വയർ കാണണം എക്സ് ത്രീയുടെ സ്ക്വയർ കാണണം നിങ്ങൾ സിക്സ്റ്റി സെവൻ പേജ് മറയ്ക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ചെയ്തു പോകാമായിരുന്നു തന്നെ തന്നെ ഇതെല്ലാം നോക്കി ചെയ്യുമ്പോഴത്തേക്കുവേ എക്സ് വൺ സ്ക്വയർ ഓരോന്നിന്റെ സ്ക്വയർ കാണുന്നത് നോക്കിക്കോളൂ നോക്കുക അല്ലാതെ വേറെ മാർഗമില്ലല്ലോ നമുക്ക് തന്നിട്ടില്ല വേറെ ചെയ്യാൻ ആ ഒരെണ്ണം തന്നിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ചെയ്ത് നോക്കാം കണ്ടോ എങ്ങനെയാന്ന് കണ്ടോ എന്തേ മിണ്ടാത്ത കണ്ടാ മതി കേട്ടോ അല്ലാതെ വേറെ നിവർത്തിയില്ല ഇനി കമ്പ്യൂട്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ് with the help of the formula S S T is equal to sigma X one square sigma X one square എത്രയാണ് കിട്ടിയിരിക്കുന്നത് നോക്കണം then sigma X two square then sigma X three square minus correction തന്നിരിക്കുന്നത് തന്നെ ഒരു കാര്യം ചെയ്യാം നമുക്ക് നമുക്ക് തന്നെ ഒരെണ്ണം ചെയ്ത് നോക്കിയാലോ അത് നോക്കി ചെയ്യുന്നതിന് പകരം ചെയ്യാം സമയമുണ്ടല്ലോ കുറച്ച് സമയം ചെയ്യാം വേഗം ചെയ്യാം പേജ് നമ്പർ എ ടു ടൂയിൽ ഒരു അനോവ കൊടുത്തിട്ടുണ്ട് എക്കണോമിക് സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ തന്നിട്ടുണ്ട് കാണുന്നുണ്ടോ നിങ്ങളാ page number page number eighty ടൂവില് നമ്മൾ ഇപ്പൊ ചെയ്തതുപോലെ തന്നെ നമ്മളോട് ചെയ്യാൻ പറഞ്ഞൊരെണ്ണം തന്നിട്ടുണ്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ എന്നാ എന്തെങ്കിലും അന്തവും കുന്തവും ഒക്കെ കിട്ടും നിങ്ങൾക്ക് ഓക്കെ നമുക്കിതിനകത്ത് ആദ്യം ചെയ്യേണ്ടത് ടോട്ടൽ എഴുതാം താഴെ ഒന്ന് രണ്ട് മൂന്ന് ആദ്യ ആദ്യം ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള നമ്പർ എഴുതി വെക്കുക എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാലോ പത്തെണ്ണം ഉണ്ടല്ലേ ഓരോന്നിലും പത്തുണ്ട് നമുക്കറിയാം ഓക്കെ എഴുതിയോ അല്ലാതെ രക്ഷയില്ലേ നിങ്ങളുടെ അടുത്ത് എഴുതി ഇനി അതൊന്ന് ടോട്ടൽ എഴുതിക്കേ ഓരോന്നിന്റെയും ടോട്ടൽ എഴുത ഒന്ന് കൂട്ടി നോക്കിയിട്ട് പറഞ്ഞേ കറക്റ്റ് ആയിരിക്കണേ എല്ലാരും കൂട്ടണേ വൃത്തിയായിട്ട് എഴുതുകയും ചെയ്യണം അവിടെ തന്നെ വരയ്ക്കുകയും ചെയ്യണേ ഹൈ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് കൂട്ടിയോ എന്തോടെ കൂട്ടാൻ എത്ര കിട്ടി two hundred two two two correct ആ അടുത്തത് കൂട്ട് ത്രീ നോട്ട് വൺ എത്രയാ മുന്നൂറ്റി ഒന്ന് ത്രീ നോട്ട് വൺ മൂന്ന് മൂന്ന് പൂജ്യം ഒന്ന് മൂന്ന് പൂജ്യം ഒന്ന് ബാക്കിയുള്ളവരും കൂട്ടണേ കറക്റ്റ് ഞാനും കൂട്ടി അപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പില് two two three first high socio economic status നമുക്ക് ടോട്ടൽ കിട്ടി two two three middle socio economic status നമുക്ക് കിട്ടി three zero one then low socio economic status നമുക്ക് കിട്ടി ടു നയൻ ത്രീ ഇനി നമുക്ക് ചെയ്യേണ്ടത് പത്താണ് അപ്പം മീൻ എത്രയായിരിക്കും എന്ന് നമുക്കറിയാം മീൻ എത്രയായിരിക്കും പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഓരോന്നിനെയും three zero point one two nine point three correct അല്ലേ ഒന്നുകൂടി പറയാം മീൻ കിട്ടിയിരിക്കുന്നത് ആദ്യത്തേന് ട്വന്റി ടു പോയിന്റ് ത്രീ രണ്ടാമത്തേന് തേർട്ടി പോയിന്റ് വൺ മൂന്നാമത്തേന് ട്വന്റി നയൻ പോയിന്റ് ത്രീ ഇത്രയും നമുക്ക് കിട്ടി ഇനി നമുക്ക് അവർ പറഞ്ഞതുപോലെ അല്ലാതെ കറക്ഷൻ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ഓരോന്നിനും പേരിടാം X one X two X three okay ആദ്യത്തേത് എക്സ് വൺ രണ്ടാമത്തേത് എക്സ് ടു മൂന്നാമത്തേത് എക്സ് ത്രീ ഇനി എക്സ് വൺ സ്ക്വയർ എടുത്തേ നമ്മൾ അങ്ങനെ ചെയ്തില്ലായിരുന്നു മുമ്പേ നമ്മളോട് അങ്ങനെ ചെയ്യാനാ പറഞ്ഞേ X one square then X two square then X three square കുറച്ച് സമയം എടുക്കും കേട്ടോ കുറച്ച് കൂടിയ അല്ലേ തന്നിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് അല്ലേ രണ്ടാമത്തത് ഇരുപത്തി മൂന്ന് ഇൻറ്റു ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് അല്ലേ പറഞ്ഞു പൊക്കോ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ആറ് ഒന്ന് ഒന്ന് അഞ്ച് ആറ് ആയിരത്തി ഇരുപത്തിനാല് അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് നൂറ്റി തൊണ്ണൂറ്റാറ് നൂറ്റി തൊണ്ണൂറ്റാറ് ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് എത്രയാ നൂറ്റി തൊണ്ണൂറ്റാറ് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് പതിനേഴല്ലേ ഫസ്റ്റ് കണ്ടില്ല മുന്നൂറ്റി ഇരുപത്തിനാല് അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് മുകളിലുണ്ട് ആ അതെ പിന്നെ ടോട്ടലും ചെയ്തോ ഏ ഒരാൾ ടോട്ടൽ ചെയ്തോ ഒരാൾ ടോട്ടൽ ചെയ്യുക ബാക്കിയുള്ളവർ ഇപ്പുറത്തെ ചെയ്യുക ഇപ്പുറത്തേത് ഇപ്പുറത്ത് നോക്കി എഴുതാൻ നോക്കുക കഴിവതും മുള്ളൂട്ടി കൂട്ടിയോ എത്ര കിട്ടിയേ ഇല്ല ഞാൻ മറ്റേതിന്റെ സ്ക്വയർ ഉണ്ട് കൂട്ടിയതാ കിട്ടിയോ ടോട്ടൽ ചെയ്തു ആരേലും എന്റെ തെറ്റാണ് ഞാനൊന്ന് വായിച്ചു പോകാമേ നിങ്ങൾ ആരെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ചെയ്തോളൂ കഴിയാത്തവര് ഞാൻ പറയുമ്പോ എഴുതിക്കോളൂ എക്സ് വൺ ഓൾ സ്ക്വയർ വരുന്നത് എസ് വൺ സ്ക്വയർ വരുന്നത് ടു ആദ്യത്തേത് ഒന്നാമത്തേത് ടു എയ്റ്റ് നയൻ താഴേക്കാണ് വായിക്കുന്നത് രണ്ടാമത്തത് ഫൈവ് ടു നയൻ മൂന്നാമത്തത് വൺ വൺ ഫൈവ് സിക്സ് നാലാമത്തത് വൺ സീറോ ടു ഫോർ അഞ്ച് five two nine then six one nine six seven two eight nine eight three two four nine five two nine ten four eight four ആർക്കെങ്കിലും ടോട്ടൽ കിട്ടിയോ ഒന്ന് ടോട്ടൽ ചെയ്ത് ആരേലും ഇനി കിട്ടിയ മോളെ അതെ one one zero zero zero five ആദ്യത്തേതാ അല്ല സെക്കൻഡ് സെക്കൻഡിന്റെ ടോട്ടലാ അതെ one zero zero zero five one zero zero zero മൂന്ന് സീറോ ഉണ്ടോ അതെ അതെ ഓക്കെ സെക്കൻഡ് എക്സ് സ്ക്വയർ ഞാനൊന്ന് വായിച്ചു പോകാം വൺ വൺ ഫൈവ് സിക്സ് 1024, 2025, നാലാമത്തത് വൺ എയ്റ്റ് ഫോർ നയൻ അഞ്ചാമത്തത് ഫോർ എയ്റ്റ് ഫോർ ആറാമത്തത് ഫൈവ് ടു നയൻ ഏഴാമത്തത് വൺ വൺ ഫൈവ് സിക്സ് എട്ട് ഫൈവ് ടു നയൻ ഒമ്പത് വൺ സീറോ ടു ഫോർ പത്ത് വൺ സിക്സ് നയൻ ഇനി മൂന്നാമത്തേതിനകത്ത് എക്സ് ത്രീ സ്ക്വയറേ one one five six one zero two four four eight four five seven six six two five one zero two four six two five one zero two four one zero eight nine one one five six ഇനി കൂട്ടി ആരെങ്കിലും ഒന്ന് വായിച്ചേ ആദ്യത്തെ ടോട്ടല് ആദ്യത്തെ അമ്പത്തിമൂന്ന് നാൽപ്പത്തി ഒമ്പത് അഞ്ച് മൂന്ന് നാല് ഒമ്പത് നാല് ഒമ്പത് ഇനി രണ്ടാമത്തേത് അവള് പറഞ്ഞത് ഒന്ന് മൂന്ന് പൂജ്യം അഞ്ചെന്നാ പറഞ്ഞേ അതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവുമോ ഞാൻ ഒന്ന് അഞ്ച് എട്ട് ഒമ്പത് എഴുതി അവിടെ അഞ്ച് രണ്ട് ഒമ്പതാണ് ആ ഓക്കെ ഒന്ന് നോക്കിക്കോളൂ കിട്ടിയോ എന്തെങ്കിലും ആണ് രണ്ടാമത്തതാ അതെ ആ nine nine four five okay മൂന്നാമത്തേതും കൂടെ കൂട്ടെ seven seven six zero seven seven seven six zero okay കിട്ടി ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന എന്താന്ന് നോക്കിക്കേ നമ്മളോട് സി കാണാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ കറക്ഷൻ വാല്യൂ കാണാൻ നമ്മളോട് പറയുന്നുണ്ട് കറക്ഷൻ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് sigma X square by N sigma X square എന്ന് പറയുന്നത് ആദ്യത്തെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പ്ലസ് മുന്നൂറ്റൊന്ന് പ്ലസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് whole square by N N എന്ന് പറയുന്നത് മൂന്ന് പത്ത് കൂടിയിട്ട് മുപ്പത് അപ്പൊ ഒന്ന് എഴുതിപ്പോക്കെ sigma X whole square by N sigma X whole square by N അതായത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പ്ലസ് മുന്നൂറ്റി ഒന്ന് പ്ലസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് then whole square divided by മൂന്ന് പത്ത് അതായത് മുപ്പത് ഒന്ന് ഒന്ന് പറയും കൂടെ ചെയ്തോ എ ക്ലാസ്സിലെ എല്ലാരും എഴുതൂല്ലോ ചെയ്തു പറഞ്ഞേ മക്കളെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പ്ലസ് മുന്നൂറ്റി ഒന്ന് പ്ലസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പ്ലസ് ചെയ്തിട്ട് ഹോൾ സ്ക്വയർ പ്ലസ് ചെയ്യുമ്പോൾ എത്ര പറയണേ എണ്ണൂറ്റി പതിനേഴ് ഹോൾ സ്ക്വയർ ബൈ മുപ്പത് അല്ലേ അതെ എണ്ണൂറ്റി പതിനേഴ് ഹോൾ സ്ക്വയർ ബൈ മുപ്പത് എണ്ണൂറ്റി പതിനേഴ് ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ആറ് ആറ് ഏഴ് നാല് എട്ട് ഒമ്പത് എന്നാണ് അതിനെ വീണ്ടും മുപ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പൊ നമുക്ക് കിട്ടുന്നത് two two two four nine point six three correct അല്ലേ ഇനി നമുക്ക് അടുത്ത ഇക്വേഷൻ ചെയ്യേണ്ടത് എസ് എസ് ടി കാണാനാണ് S S T is equal to sigma X one square plus എഴുതാം sigma X one square plus sigma X two square plus sigma X three square minus C C നമുക്കിപ്പോ കിട്ടിയതേ എടുത്തെഴുതിക്കാൻ ഇതെല്ലാം ഒന്ന് പറഞ്ഞെഴുതണേ എന്തുപറ്റി ആദ്യത്തെ five three four nine five three four nine plus രണ്ടാമത്തെ ഞാൻ എഴുതിയില്ല മേഡം മൂന്നാമത്തെ എഴുതി രണ്ടാമത്തെ എന്ന് പറഞ്ഞ എഴുതിയിട്ടുണ്ട് ഒമ്പത് ഒമ്പത് നാല് അഞ്ച് എന്നാ പറഞ്ഞെന്ന് തോന്നുന്നു പ്ലസ് ഏഴ് ഏഴ് ആറ് പൂജ്യം ആ ലാസ്റ്റ് വൺ ഏഴ് ഏഴ് ആറ് പൂജ്യം ആറ് അല്ലേ അതെ കറക്ഷൻ വാല്യൂ ഒന്ന് കുറച്ച് കറക്റ്റ് ഞാൻ ചെയ്തപ്പോഴും കറക്റ്റ് തന്നെയാണ് കിട്ടിയത് എനിക്കൊരു സംശയം എത്ര കിട്ടിയ അത്ര കിട്ടി ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് നോക്കാലോ എസ് എസ് ഐ ഈസ് പറയുന്നുണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇനി സ്റ്റെപ്പ് ഫോർ ആണ് നമ്മളോട് പറയുന്നത് സ്റ്റെപ്പ് ഫോറില് നമുക്ക് എന്താ കാണേണ്ടതെന്ന് ചോദിച്ചാൽ എസ് എസ് ബി ആണ് squaring the total each group divided by respective number of cases ആണ് number one N one N two N three കൊണ്ട് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യാനുള്ളതാണ് അതിന്റെ ഫോർമുല ഒന്ന് എടുത്ത് എഴുതണേ അറുപത്തെട്ടിൽ നിന്ന് ഫോർമുല ഒന്ന് എടുത്ത് എഴുതിക്കേ S S B is equal to X one കാണുന്നുണ്ടോ square divided by n1 bracket close then plus x2 square divided by n2 bracket close ചെയ്യുന്നു plus x3 square divided by n3 കാണുന്നുണ്ടോ മൈനസ് സി നമ്മൾ എവിടെ നിന്ന് എടുത്തെഴുതിയതാ പേജ് നമ്പർ സിക്സ്റ്റി എയ്റ്റ് എന്നാണ് ഇതിനകത്ത് നമുക്ക് എത്രയൊക്കെ എക്സ് എക്സ് വൺ സ്ക്വയർ എത്രയാ കിട്ടിയ മിണ്ടാതിരിക്കുന്നാവോ X one square five three four nine ആ ഓക്കെ ഓക്കെ പറയുന്നുണ്ട് എല്ലാം ഡിവൈഡഡ് ബൈ പത്താണ് അപ്പൊ പിന്നെ എളുപ്പമുണ്ട് നമുക്ക് അത് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ അഞ്ച് മൂന്ന് നാല് പോയിന്റ് ഒമ്പത് പ്ലസ് ഒമ്പത് ഒമ്പത് നാല് പോയിന്റ് അഞ്ച് പ്ലസ് ഏഴ് ഏഴ് ആറ് പോയിന്റ് സീറോ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ ഒമ്പത് ഒമ്പത് നാല് അഞ്ച് ആണ് മാഡം നാല് അഞ്ചാണ് നാല് പോയിന്റ് അഞ്ചല്ല അല്ല ഒമ്പത് ഒമ്പത് നാല് അഞ്ച് അത് ടെൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പോയിന്റ് അഞ്ച് വരികയല്ലേ നാല് പോയിന്റ് അഞ്ച് പത്ത് കൊണ്ട് അല്ലാത്ത ഓരോന്നിനെയും പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യാനല്ലേ നമ്മളോട് പറഞ്ഞിരിക്കുന്നേ ഓക്കെ ഓക്കെ അടുത്ത സ്റ്റെപ്പ് ഞാൻ അങ്ങനെ പറഞ്ഞു പോയതായിരുന്നു ഒമ്പത് plus five three four point nine plus five plus seven seven six point point six seven six point zero എത്രയാ കിട്ടിയിരിക്കുന്നത് ഓക്കെ ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എസ് എസ് ഡബ്ല്യു കാണാനാണ് എസ് എസ് ഡബ്ല്യു എന്ന് പറഞ്ഞാല് എസ് എസ് ടിയും നമുക്ക് കിട്ടിയിട്ടുണ്ട് എസ് എസ് ബിയും നമുക്ക് കിട്ടിയിട്ടുണ്ട് ആദ്യം കിട്ടിയത് എസ് എസ് ടി ആയിരുന്നു അത് എത്രയാണ് നമുക്ക് കിട്ടിയത് എട്ട് പോയിന്റ് എണ്ണൂറ്റി നാല് പോയിന്റ് മൂന്ന് ഏഴ് എസ് എസ് ബി കിട്ടിയിട്ടുണ്ട് ടു ത്രീ സീറോ ഫൈവ് അപ്പം ഇനി എസ് എസ് ഡബ്ല്യു കാണാൻ എന്ത് ചെയ്യണം S S T minus S S B equal to S S T minus S S B എത്രയാന്ന് പറഞ്ഞേ എസ് എസ് ടി എത്രയായിരുന്നു അതായിരുന്നു ചെറിയ സംഖ്യ അല്ലേ കിട്ടിയോ minus one one minus one five zero one അതിനും കൂടെ നോക്കട്ടെ eight zero four point three seven minus two three zero five minus one five zero one അതെ പോയിന്റ് സീറോ ത്രീ ഓക്കെ അതും കിട്ടി ഇനി എന്താ ഇനി എന്താ ചെയ്യേണ്ടത് The degree of freedom are worked out for total sum of square n minus 1 is equal to 30 minus 1, 29. step 7 മതി സ്റ്റെപ്പ് സെവൻ ഉണ്ട് എം എസ് എസ് കാണാൻ വേണ്ടിട്ട് പറയുന്ന മീൻ സ്ക്വയർ വേരിയൻസ് എന്തോ S S D one five zero one അല്ലേ എസ് എസ് ടി എയ്റ്റ് 2305.4. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം അനോവ പഠിക്കുമ്പം ഏറ്റവും ഈസിയസ്റ്റ് വേ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അനോവ പഠിക്കാൻ വേണ്ടിയിട്ട് അതെടുത്ത് പഠിക്കുവാണെങ്കിൽ കുറേയൊക്കെ തലയിൽ കയറും ഏറ്റവും ഈസി വേയിൽ ചെയ്തിട്ടിട്ടുണ്ട് നോക്കി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കറക്റ്റ് ആയിട്ട് ഒരു പ്രാവശ്യം ഇരുന്ന് നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അനോവ ചെയ്യാൻ എളുപ്പം കിട്ടും നിങ്ങളുടെ ബുക്കിലെ മെത്തേഡിൽ നിന്ന് കുറച്ച് വ്യത്യാസമുള്ളൂ എന്നാൽ പോലും ഫോർമുലയൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ് ഒരേ ഫോർമുല ആയിരിക്കുമല്ലോ അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം ഉണ്ടാവും അനോവ പഠിക്കാൻ ഒന്ന് നോക്കിയേച്ചു വരാമോ നാളെ അപ്പൊ എളുപ്പം ഉണ്ടാവും പഠിക്കാൻ അതാ തോന്നുന്നു അല്ലെങ്കിൽ ഇത് പഠിച്ചു വരണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും ഇനി ഉണ്ടല്ലേ കുറെ ചെയ്യാൻ ബാക്കി നമുക്ക് നാളെ നോക്കാം കേട്ടോ നാളെ ഉണ്ടല്ലോ രാവിലെ വന്നത് ബാക്കി നാളെ ചെയ്യാം കേട്ടോ സ്ക്വയർ ഉണ്ട് അത് എക്സാമിന് വരുന്നതാണ് പത്ത് മാർക്കിന്റെ നാൻഡിന് യു ടെസ്റ്റും വരും എക്സാം രണ്ട് മണിക്കൂറേ ഉള്ളൂ ഇതെല്ലാം ചെയ്യാനായിട്ട് മിനിമം ഒരു നാല് മണിക്കൂറെങ്കിലും എടുക്കും രണ്ടു മൂന്നെണ്ണം കിട്ടുമായിരിക്കും ചെയ്യാൻ ഈ പറഞ്ഞ ഈ ടെസ്റ്റുകളെല്ലാം കറക്റ്റ് ആയിട്ട് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ പി ജി കുട്ടികള് ഈ ആ ഞാൻ ആ യൂട്യൂബിൽ ഇട്ടത് മാത്രം നോക്കി പഠിച്ചേച്ച് പോയി എക്സാം പാസ്സായവരുണ്ട് അവരുടെ ഒരു പേപ്പർ റിസർച്ച് മെത്തഡോളജിയുടെ പേപ്പർ അവർ പാസ്സാവുന്നത് ആ യൂട്യൂബിൽ ഇട്ടിരിക്കുന്ന അത് മാത്രം പഠിച്ചിട്ട് പോയിട്ടാ നിങ്ങൾക്ക് നോക്കാൻ എളുപ്പമുണ്ട് ഈസി വേയിലാണ് ഇട്ടിരിക്കുന്നത് പഠിക്കാൻ എളുപ്പമുണ്ട് പുസ്തകത്തിന് അത്രയും ടഫ് ഇല്ല ശരി കേട്ടോ ബൈ ബൈ താങ്ക്സ് മാം